രാത്രി ദീർഘ ദിവസങ്ങളായി തുടർമാനമായുള്ള പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർ എല്ലാ ദൈവമക്കൾ എല്ലാവർക്കും ഈ രാത്രിയിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു ചില പ്രിയപ്പെട്ടവർ എനിക്ക് വാത്സല്യമുള്ളവർ ഇതിനകത്തുണ്ട് കർത്താവിനദാസൻ പാസ്റ്റർ മാത്യു അതുപോലെ എബ്രഹാം കുടുംബം സോജൻ കുടുംബം നിജു കുടുംബം എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പരിചയമില്ലാത്ത പല പ്രിയപ്പെട്ടവരുണ്ട് ഇപ്പോൾ നാം ക്രിസ്തുവിൽ പരിചയമായി എനിക്ക് ഒത്തിരി സന്തോഷം ഈ ദീർഘ ദിവസങ്ങളായി പ്രതിസന്ധിയുടെ നടുവിലും ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ നല്ല വാക്കുകൾക്കായി സ്തോത്രം ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ എനിക്ക് ഒരു ഒരു മണിക്കൂറിന് മുമ്പിട്ടൊരു ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അപ്പോൾ ഞാൻ അല്പമൊന്ന് ദിവസം മാറ്റാമെന്ന് ചിന്തിച്ച എന്നാൽ ദേവദാസൻ അല്പം അരമണിക്കൂർ മുന്നോട്ടാക്കുകയും ദേവദാസൻ എന്നോട് പത്ത് മണിക്ക് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് മീറ്റിങ്ങുകൾക്കും ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എവിടെയായിരുന്നാലും ഈ സമയത്ത് അഞ്ച് മിനിറ്റോ അരമണിക്കൂറോ എത്ര കിട്ടിയാലും ഒരാളോടെങ്കിലും ഈ വചനം പറയുവാൻ കിട്ടുന്ന അവസരങ്ങളെ നഷ്ടമാക്കാതിരിക്കുക കാര്യം ഇവിടെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് നമുക്കറിയാം ഈ രാത്രി ഇപ്പോൾ കേരളത്തിൽ പത്തു മണിയായി ഞങ്ങൾ കേരളത്തിൽ വേങ്ങൂർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ആയൂരിനിടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ് ചെറുവക്കലിനകത്ത് ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ ഏരിയയിൽ ഏകദേശം ഒരു ഒൻപതര പത്താകുമ്പോൾ ലൈറ്റുകൾ ക്ലോസ് ആകുന്ന ഒരു സ്ഥലമാണ് സിറ്റി അല്ലല്ലോ നാട്ടില് പത്ത് മണിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് നിങ്ങൾ ഉണർന്നിരിക്കുന്നത് ഓ അതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പോൾ കുറച്ചു പേര് വില കൊടുത്തായിരിക്കുന്നത് സഭാരാധനയിൽ എത്തിയില്ലെങ്കിൽ തിരക്കാറുണ്ട് എന്നാൽ ഈ രാത്രി മീറ്റിങ്ങിൽ വന്നില്ലെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാനും ഇവിടെ രാവിലെ ഒരു പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ അഞ്ച് എൺപത്തി ആറ് ദിവസമായി നടക്കുന്നു പ്രഭാതത്തിൽ അഞ്ച് തൊട്ട് ആറ് വരെയാ തുടങ്ങിയ യു എ സമയം ആ സമയം സൗദിയിലൊക്കെ നാലും മണിയാ നാട്ടില് ആറരയായിരുന്നു പിന്നീട് പ്രിയപ്പെട്ടവർ നേരത്തെ വന്ന് വന്ന് ഇപ്പൊ അത് നാലേ കാലിനായി നാല് മണിക്ക് എഴുന്നേറ്റ് നാലേ കാലിന് തുടങ്ങി ആറു മണി വരെ നാട്ടിലൊക്കെ ഒരു അഞ്ചേ മുക്കാൽ തൊട്ട് ഏഴര വരെ ഇരിക്കും സൗദിയിലും ഖത്തറിലും ഉള്ളവർക്ക് ബുദ്ധിമുട്ട് അവർ മൂന്ന് മണിക്ക് എഴുന്നേറ്റേ പറ്റും ഒരു പത്ത് എൺപതോളം പാർട്ടിസിപ്പൻസ് ഏകദേശം ഒരു ഇരുന്നൂറോളം പേര് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആരും നിർബന്ധിക്കാതെ പ്രാർത്ഥനയ്ക്കായി വരുന്നു കർത്താനദാസൻ ജനറൽ പാസ്റ്റർ ഈ വത്സല്യ കുഞ്ഞുങ്ങളൊക്കെ അതിലുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ വില കൊടുത്തു വരുന്നവരുടെ ഇടയിൽ വിതറുന്നതും പറയുന്നതും ഒക്കെ ഭയങ്കര വെർത്തായിട്ട് ഞാൻ കിളിച്ചു വരും അതോർത്ത് സ്തോത്രം ചെയ്യും എനിക്ക് കൂടുതൽ ഈ ഉപവാസ പ്രാർത്ഥനയിലെ ഈ കാത്തിരിപ്പ് യോഗം അങ്ങനെയൊക്കെ ഉള്ളിടത്താവുമ്പോൾ അവർ വളരെ വില കൊടുത്തായിരിക്കുന്നത് ഇതിപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് ദിവസമായി കർത്താവനദാസൻ ദാസൻ വില കൊടുക്കുക ഞാൻ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടറിയാം എനിക്ക് രാത്രിയിൽ നേരത്തെ ഗൾഫിലൊക്കെ ആണെങ്കിൽ കുറച്ച് താമസിച്ചാണ് കിടക്കുന്നത് താമസിച്ച ഉണരുന്നത് ഞാൻ അഞ്ചു മണിക്ക് ഉണർന്ന് ഒരു ചെറിയ ഷോർട്ട് അഞ്ച് മിനിറ്റ് മെസ്സേജ് എല്ലാവർക്കും അയക്കുന്ന ഒരു പതിവ് വർഷങ്ങളായിട്ടുണ്ട് എന്നാൽ ഇപ്പം കിടന്നാൽ ഉറക്കം വരത്തില്ല കാരണം ഒരു മൂന്ന് മണി മൂന്നര ആകുമ്പം നാലിനുമ്പിട്ട് ഇത് ഓൺ ചെയ്യണം ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഐ മീൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി അല്ല ഞാൻ പറയും ഉത്തരവാദിത്തമായി അപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് ദിവസമായിട്ട് കർത്താവിൻ്റെ ദാസൻ ഇതിൽ നിന്ന് മാറാൻ പറ്റാൻ നിൽക്കുക അത് അനേകർക്ക് അതൊരു വിടുതലും ആശ്വാസമാണ് കാരണം നമ്മൾ ദൈവമക്കളാണ് ദൈവവചനം നമ്മുടെ അകത്തുണ്ട് പ്രത്യാശയുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ക്ഷീണിച്ചു പോകും അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം പന്ത്രണ്ടിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളം ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ അന്നേരം ഉള്ളം ക്ഷീണിക്കാനും മടുക്കാനും സാധ്യതയുണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമുക്കറിയാം ആരാധന ഹാളുകളൊക്കെ ഞാൻ വേങ്ങൂർ ഐ പി സിയിലാണ് എൻ്റെ മാതൃസഭ വേങ്ങൂർ സെന്റർ നിങ്ങൾ ചെറുവക്കൽ കൺവെൻഷൻ കേട്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ ജോൺസൺ ഡാനി ആ ചർച്ചിൽ ഇന്നലെ ആരാധന ഉണ്ടായിരുന്നു രണ്ട് സെക്ഷനായിട്ട് ആളെത്തുന്നില്ല കാരണം കുറച്ചു പേര് കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മമാർ വീട്ടിലിരിക്കുക പിന്നെ കുറച്ചു പേര് പ്രായമുള്ള അപ്പച്ചമാരെ അമ്മച്ചിമാരെ നോക്കാൻ വീട്ടിലിരിക്കുക പിന്നെ ആരാ വരണ്ടേ ആലയൊന്ന് തുറന്ന് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് വെമ്പൽ കൊള്ളുകയായിരുന്നു അത്യാവശ്യം വലിയ ഹോളാ പത്ത് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോളാ ഒരു അൻപത് പേര് വീതം വരാൻ പറഞ്ഞു രണ്ട് സെക്ഷനായിട്ട് പക്ഷേ ഇന്നലെ സങ്കടകരമായി ഇന്ന് രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ആ വിഷയം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു അൻപത് പേര് വീതം വരാൻ പറഞ്ഞു രണ്ട് സെക്ഷൻ പക്ഷേ എല്ലാവരും എത്തുന്നില്ല കാരണം പറയുന്ന കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ച് ഇരിക്കുന്നു അപ്പച്ചനെ അമ്മച്ചെ നോക്കാൻ കുറച്ച് ഇരിക്കുന്നു കാരണം ഒന്നൊരു മടുപ്പ് പോലെ എവിടൊക്കെയോ ആണെങ്കിൽ പറയും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കും പക്ഷേ ഈ സൂം നമുക്ക് അത്ര അങ്ങോട്ട് പോരാന്നാ ഐ മീൻ എവിടെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു മടുപ്പ് എന്നാൽ അതിൻ്റെ നടുവിൽ ഐ മീൻ ഒരു കൂട്ടം പ്രാർത്ഥനയിൽ അങ്ങ് കയറി ഒരു സ്വതന്ത്രം പറയാവോ ഒരു കൂട്ടം വചനധ്യാനത്തിൽ അങ്ങ് കയറി ഒരു കൂട്ടം പ്രത്യാശയിൽ അങ്ങ് കയറി ലോകം മുഴുവനും ഐ മീൻ വലിയ പ്രാർത്ഥനയുടെ ഒരു തലം ഉയർന്നു ദീർഘമണിക്കൂറുകൾ ഞങ്ങളൊക്കെ നേരത്തെ എല്ലാ മാസവും ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായി എൻ്റെ ചരിത്രം പറയല്ല യു എയിൽ വന്നതിന് ശേഷം അതിനു മുന്നേ നാട്ടിലും മാസത്തിൽ ഒരു ദിവസം സെക്കൻഡ് സാറ്റർഡേ രാവിലെ പത്ത് തൊട്ട് രാത്രി പത്ത് വരെ നോൺ സ്റ്റോപ്പ് മൈക്ക് ഓഫ് ചെയ്യാതെ പ്രാർത്ഥിക്കും വചനവും ആരാധനയും ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞു മടുപ്പ പക്ഷേ അത് വർഷങ്ങളായി ദൈവം നടത്തി ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ആയപ്പം ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം ഒന്ന് രണ്ട് മാസമൊക്കെ രണ്ട് മൂന്ന് മണിക്കൂർ സൂമി ചെയ്തു കഴിഞ്ഞ മാസം തൻ്റെ ഇടത്തോടെ രാവിലെ പത്തിന് തുടങ്ങി രാത്രി പത്ത് മണി വരെ ഈ മൈക്ക് ഓഫ് ചെയ്യാതെ ഈ സൂം ഓഫ് ചെയ്യാതെ ലൈവ് ഓഫ് ചെയ്യാതെ പന്ത്രണ്ട് മണിക്കൂറും പ്രാർത്ഥനയും ആരാധനയായിട്ട് പോയി ഒരു വലിയ കൂട്ടം പത്തഞ്ഞൂറ് പേര് അതിനകത്ത് പ്രാർത്ഥിക്കാനിരുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഒരു കൂട്ടം പ്രാർത്ഥനയിലേക്ക് കയറി ഒറ്റ കസേല ഒരു സൂമിന്റെ മുന്നിലാ പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ചായ കുടിക്കാനോ ഒന്നും പറ്റില്ല അവിടെ തന്നെ ഇരുന്നുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ ജനം ഇരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു കൂട്ടം പ്രാർത്ഥനയിലേക്ക് അതിരാവിലെ ഉണരുവാൻ ഇപ്പോൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ലേറ്റായി സമയം ഈ രാത്രിയിൽ ഇരിക്കാൻ ഐ മീൻ ദീർഘമണിക്കൂറിൽ ഇരിക്കാൻ ഒരു കൂട്ടം തയ്യാറായപ്പോൾ ഒരു കൂട്ടം ഐ മീൻ എവിടേക്കോ മടുത്ത് മാറി ഇരിക്കുക ഒരു കാര്യം പറയാം ഇത് കർത്താവിൻ്റെ ലക്ഷണം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം നമുക്ക് ഈ ലോക്ക്ഡൗൺ എന്തിനാ ഈ ക്വാറന്റൈൻ എന്തിനാ ഒന്നിനാണ് ആത്മ മണവാളന്റെ വരവിന് വേണ്ടി സഭയാ മണവാട്ടി ഒന്ന് ഒരുക്കുക ഒരു സ്തോത്രമൊക്കെ പറയാമോ കുറച്ച് വീഡിയോ ഒക്കെ തുറന്നിരിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് മീൻ തുറക്കാൻ കഴിയുന്നവരൊക്കെ തുറക്കട്ടെ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് വീഡിയോ തുറക്കട്ടെ കാരണം നിങ്ങൾ പറയുന്ന സ്തോത്രം എനിക്ക് എന്തായാലും കേൾക്കാൻ പറ്റത്തില്ല പണ്ടൊക്കെ ഞങ്ങൾ നിങ്ങൾ പറയുന്ന ആ സ്തോത്രവും ആ കയ്യടിയും ആരാധനയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഈ ലോക്ക്ഡൗൺ വന്നതോടുകൂടി നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും ഞങ്ങൾ പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ കൈയടിച്ചില്ലേലും പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളും കൂടെ ഒക്കെ ശീലിച്ചു വരികയാണ് പിന്നെ മുഖവും കൂടെ ഒക്കെ ഒന്ന് കണ്ടാൽ നിങ്ങളുടെ ആ ഫേസിന്റെ എക്സ്പ്രഷനോടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ പിന്നിലെ ലൈവായിട്ടിരുന്ന് പ്രസംഗിക്കുന്നവണായിരിക്കും രാത്രി ഒത്തിരി ലേറ്റായല്ലോ ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കുക ഞാൻ പറഞ്ഞു വന്നത് എവിടൊക്കെയോ ഒരു മടുപ്പും എവിടൊക്കെയോ ഒരു നിരാശയും ഐ മീൻ നാളെക്കുറിച്ചുള്ള ഒരു ആകുലതയും ഒരു ചിന്താഭാരവും ഒക്കെ നമ്മുടെ ഇടയിൽ അധികമായി വന്നു കഴിഞ്ഞു നാളെ ഭാവി കുഞ്ഞുങ്ങളുടെ വിവാഹം ഐ മീൻ ഹയർ സ്റ്റഡിക്ക് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതാ ഐ മീൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പോകാൻ കഴിയാതെ അടഞ്ഞു കിടക്കുന്നു കോളേജുകളിൽ പോകുന്നില്ല ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നു കുഞ്ഞുങ്ങളുടെ വിവാഹം ഐ മീൻ താല്പര്യപ്പെട്ടിട്ട് തമ്മിൽ കാണാനോ ഒന്ന് വേഗത്തിൽ നടത്താനോ പറ്റുന്ന എല്ലാം നാളെ ബിസിനസ്സുകൾ തകരുന്നു ഗൾഫ് മേഖലയിൽ ജോലികൾ നഷ്ടപ്പെടുന്നു ഐ മീൻ സമൃദ്ധിയുടെ ഗൾഫിൽ പോലും ഭക്ഷണമില്ലാത്ത വീടുകൾ ഐ മീൻ കറണ്ട് കട്ട് ചെയ്ത വീടുകൾ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ നാട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥകൾ ഒത്തിരി പ്രതിസന്ധിയിൽ ആകുലപ്പെടുമ്പോൾ ഐ മീൻ ഇതിന്റെ നടുവിൽ ദൈവമക്കൾ പ്രത്യാശയോടെ നിൽക്കണം ഇതെല്ലാം കാണുമ്പം ഇത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ് വേഗത്തിൽ വളരെ പരിചയമായ ഒരു ഭാഗം വായിച്ച് വളരെ ശാന്തമായി സിമ്പിളായി ആമേ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം നമുക്ക് പരിചയമുള്ളൊരു ഒരു വാക്യം വായിക്കാം പിലിപ്പിയ ലേഖനം നാലാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം ഒരു ധ്യാനം പോലെ പോകട്ടെ സന്തോഷത്തോടെ പിലിപ്പിയർ നാലിന്റെ നാല് മുതൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും നമുക്ക് വളരെ ഒരു ഭാഗം നമ്മൾ എപ്പോഴും വായിക്കും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ രണ്ടാം കർത്താവിന്റെ കർത്താവിൻ്റെ മേശയിൽ മൂന്നാം അധ്യായം പൗലോസിൻ്റെ ഐ മീൻ ജീവിതാനുഭവങ്ങളെ പ്രതിപാദിപ്പി പൗലോസിനെ കുറിച്ച് എവിടെ പറഞ്ഞാലും ഫിലിപ്പിയ ലേഖനത്തിൽ എത്തിപ്പെടാതിരിക്കുകയില്ല തൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ അമേൻ നിരാശയിലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ താനൊരു കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഫിലിപ്പിയ സഭയ്ക്കൊരു ലേഖനം എഴുതി കത്തെഴുതി കൈമാറുകയാണ് താൻ പറയുന്നത് അമേൻ സാധാരണ നമ്മളൊക്കെ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൊക്കെ ആവുകയാണെങ്കിൽ സഭയോട് പറയും ഞാനിപ്പോ ആകെ ബുദ്ധിമുട്ടില്ല നിരാശയില ഇപ്പൊ കാരാഗ്രഹത്തില എന്നൊക്കെയാ ഈ മനുഷ്യൻ തൻ്റെ അനുഭവങ്ങളോ സാക്ഷ്യങ്ങളോ ഒന്നും പറയാറേ ഇല്ല ഞാനൊക്കെ ആണെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയാൽ അമ്മ എൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ മനുഷ്യൻ ആകെ കൊരിന്തിയ സഭയോട് മാത്രം നിർബന്ധത്താൽ ഒരിക്കൽ താന് രണ്ട് കൊരിന്തിയർ പതിനൊന്നിന്റെ പതിമൂന്ന് മുതൽ ചെറിയൊരു രീതിയിൽ ഒരു അഞ്ചാറ് വാക്യത്തിൽ മാത്രം തൻ്റെ അടി കൊണ്ടതും പട്ടിണി കിടന്നതും നഗ്നനായി കിടന്നതും ഉപദ്രവം സഹിച്ചതും ഒക്കെ ചെറുതായി അത് നിർബന്ധത്താൽ പറഞ്ഞത് ഈ ഫിലിപ്പിയ ലേഖനത്തിലും തന്നെക്കുറിച്ച് എനിക്ക് പ്രശംസിപ്പാൻ ഉണ്ടെന്ന് പറഞ്ഞ് മൂന്നാം അധ്യായത്തിൽ ചെറിയൊരു ഈ രണ്ട് ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ അനുഭവങ്ങളൊന്നുമില്ല താൻ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി അതല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും അതിന് തൊട്ടു മുന്നേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അപ്പോൾ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ആകുലത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ ഒരു അമ്മച്ചി കണ്ടിരുന്നു അമ്മച്ചി നേരത്തെ വീഡിയോ ഉണ്ടായിരുന്നു അമ്മച്ചിയും അപ്പച്ചന്മാരും ഒക്കെ ഇരിപ്പുണ്ട് ഐ മീൻ അവരുടെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അമ്മച്ചിയോട് ചോദിച്ചാൽ അറിയാം അന്ന് നല്ല ഭക്ഷണമില്ല നല്ല വസ്ത്രമില്ല നല്ല വീടില്ല ചോർന്നൊലിക്കുന്ന വീടുകൾ കുഞ്ഞുങ്ങൾ വൈകിട്ട് വരുമ്പോൾ എന്ത് അറിയില്ല അമ്മയും ചാണകം മെഴുകിയ വീട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് നനഞ്ഞാ വരുന്ന കൊട കാണില്ല വാഴയിലേം പിടിച്ചോണ്ടാ വരുന്നത് പിറ്റേന്ന് ഇട്ട് കൊടുത്തു വിടാനായിട്ട് ഒരുപക്ഷെ ഡ്രസ്സ് കാണില്ല വീട്ടിൽ പത്ത് മക്കൾ കാണും എല്ലാവർക്കും കൂടെ വിളമ്പിയ ഒന്നും ബാക്കി കാണില്ല പക്ഷേ ഈ അമ്മച്ചിമാരൊക്കെ നമ്മുടെ അമ്മച്ചിമാരപ്പച്ചന്മാരൊക്കെ വിശ്വാസ ജീവിതത്തിലൂടെ പോകുമ്പോൾ അവർക്കില്ലാത്ത ഒന്നാണ് ആകുലത ഇന്ന് നാം സമൃദ്ധിയുടെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യം പോലെ ഉള്ള ഒന്നാണ് ആകുലത അന്ന് അവർക്കതില്ല കാരണം അവർ ഈ അറിഞ്ഞ സത്യത്തിൽ ഞാനൊരു മർത്തമ്മ കുടുംബത്തിലാണ് ജനിച്ച് കുറച്ച് നാളായി അവള് കർത്താവിനെ അറിഞ്ഞിട്ടും ഈ കർത്താവിൻ്റെ വേലയിലേക്ക് പ്രവേശിപ്പാനും ഒക്കെ ഒത്തിരി താമസിച്ചുപോയി എന്നാൽ ഈ അമ്മച്ചിമാരോടൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര സന്തോഷം ഞങ്ങൾ ഗൾഫിൽ പ്രായമുള്ളവരില്ല ആരെങ്കിലും വിസിറ്റിൽ കൊണ്ടുവരുന്ന അപ്പച്ചമാരെ അമ്മച്ചിമാരെ കാണാൻ പറ്റും ബാക്കിയല്ല യൗനക്കാരാണ് എന്നിട്ട് നാട്ടിൽ ചെല്ലുന്ന മീറ്റിംഗിൽ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ കാണുന്നത് അവരോട് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അറിയാം അവർക്ക് ഒരു നിരാശയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ ഉള്ളത് കൊടുത്ത് ആമേൻ പത്ത് മക്കളാണോ കർത്താവ് തന്നു കർത്താവ് നടത്തും കർത്താവ് പുലർത്തും അവരെപ്പോഴും ആ ഒരു കർത്താവിനെ കുറിച്ചും കർത്താവിലുള്ള വിശ്വാസത്തിലുമാണ് എന്നാൽ ഇന്നത്തെ തലമുറ ഇതൊക്കെ ഒരു കുഞ്ഞ് കാണും അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു കാണും എൽ കെ ജിയിലാകുമ്പോഴേ പ്രശ്നം ഇനി എവിടെ എം ബി ബി എസിന് വിടണം എവിടെ എഞ്ചിനീയറിന് വിടണം രണ്ട് വീട് മേടിച്ച് അടുത്ത മൂന്ന് എല്ലാം ഉണ്ട് ഏത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഏത് കൊടുത്താൽ അവൾ കഴിക്കും പണ്ടാ ഈ കുഞ്ഞുങ്ങളെ ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധ മാറ്റിവിടും ഇത് കഴിക്കാൻ വേണ്ടി അമീൻ എങ്ങനെ ഏത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ഉണ്ട് നമുക്ക് പക്ഷേ അതിൻ്റെ കൂടെ കിട്ടിയ ഒന്നാണ് ഈ ആകുലത എന്ന് പറയുന്നത് നിരാശ എന്ന് പറയുന്നത് നമ്മൾ ആരോട് ചോദിച്ച് ഇപ്പോഴ് എൽ കെ എൽ പഠിക്കുന്ന കൊച്ചിനും ടെൻഷനാ ഐ മീൻ ഈ ഈയോ എന്തോ ടെൻഷൻ എന്നറിയുമോ അതിന്റെ ഇരട്ടി ടെൻഷനാണ് പേരൻസിന് ഞങ്ങളുടെ ഗൾഫിലൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്കോ കൺവെൻഷനോ വെള്ളിയാഴ്ച അവര് ഡ്യൂട്ടിക്ക് പോകും എൽ കെ ജിയിൽ പോകുന്ന കൊച്ചിന്റെ ഐ മീൻ ക്ലാസ്സിലെ ടെസ്റ്റ് ആണെങ്കിൽ ഒരാഴ്ച ലീവാ എന്ന് വെച്ചാൽ അങ്ങ് ടെൻഷനാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളർത്തുന്ന കാര്യത്തിൽ അവര് എന്തു ഭയങ്കര ടെൻഷനാണെന്നറിയും സത്യം പറഞ്ഞാൽ നമ്മൾ എൻ്റെ കാര്യം നിങ്ങളുടെ അറിയില്ല ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ എന്തോ പഠിച്ചെന്ന് പോലും വീട്ടുകാർക്ക് അറിയത്തില്ല നമ്മെ കൂടെ ഇറങ്ങി അയ്യത്തോടെ പോയി ഇപ്പുറത്തൂടെ കയറി വയലിൽ ഇറങ്ങി മരത്തിൽ നിന്ന് അത് മാങ്ങയും പറിച്ചങ്ങ് പോയി തിരിച്ച് വന്നപ്പോൾ സൈക്കിളിൽ കയറി മറിഞ്ഞടിച്ചു വീണ് കാലിന്റെ ഒരു വിരള് പോയിട്ട് പോലും വീട്ടുകാരറിഞ്ഞില്ല ഇപ്പം സ്കൂളിലോട്ട് ബസ്സിൽ അങ്ങോട്ട് കൊടുത്തു വിടും ബസ്സുകാരങ്ങോട്ട് കൊണ്ടും തിരിച്ച് ബസ്സുകാരിഞ്ഞോട്ട് കൈ കൊടുത്താലും നമ്മുടെ കയ്യിൽ സ്വർണ്ണക്കടയിൽ ഇരുപത്തൊന്ന് ക്യാരറ്റാണോ ഇരുപത്തിരണ്ട് ക്യാരറ്റാന്ന് നോക്കുന്ന കണ്ണാടി വെച്ച് നോക്കും മോനെ പോറലും അല്ല ഉണ്ടോ എവിടെങ്കിലും തൊട്ടിട്ടുണ്ടോ അലഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എന്തോ ആകുലതയാണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യം മതി എല്ലാത്തിനും നമുക്കങ്ങ് ടെൻഷനാണ് നാളെ എന്തായിത്തീരും എന്തായിത്തീരും ഞാൻ പറഞ്ഞത് ഈ വചനത്തിൽ ഇത്രത്തോളം പ്രത്യാശയോടെ നിൽക്കുന്ന നമുക്ക് എന്തിനാ ടെൻഷൻ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് എനിക്ക് സമയമില്ല തെളിയിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടും നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ആകുലത അടുത്ത അധ്യായത്തിൽ കിടന്നു എബ്രായ ലേഖനം പന്ത്രണ്ട് നിങ്ങൾ പഠിച്ചാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടെങ്കിലേ ഈ ഓട്ടം ഓടാൻ പറ്റൂ നമ്മുടെ സഭകളിൽ മുഴുവനും പഠിപ്പിക്കുന്നത് പാപത്തെക്കുറിച്ചാണ് എന്നാൽ പൗലോസ് തുല്യമായി പറഞ്ഞ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം ഞാൻ ഇന്ന് രാത്രി പറയാം പാപം നമ്മൾ വിട്ടവരാ പക്ഷെ വിടാത്ത ഒന്നുണ്ട് അത് ഭാരമാണ് എന്താണ് ഈ കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചത് ആ വാക്യത്തിൽ കിടപ്പുണ്ട് ഇത് കർത്താവിന്റെ വരവ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം പ്രാർത്ഥനയാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക എല്ലാറ്റിനും മറുപടി കിട്ടുമെന്നൊന്നും പൗലോസ് പറഞ്ഞില്ല എന്നാൽ കിട്ടും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അതിനകത്ത് ആഴമായ ഒരു കാര്യം കിടപ്പുണ്ട് നമുക്ക് വിഷയത്തിന് വിടുതൽ കിട്ടിയാലും സമാധാനം ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല പക്ഷെ പൗലോസ് പറഞ്ഞത് സമാധാനമാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്തുക്കട്ടെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരേണ്ടത് ഒരു ദൈവീക സമാധാനം ഞാൻ പറയാം പ്രിയരെ നമ്മുടെ വേഷപ്പുറത്ത് വിഭവസമർത്ഥമായ ഭക്ഷണം വിളമ്പി വെച്ചു വിശപ്പില്ലെങ്കിൽ എന്താ പ്രയോജനം അയ്യായിരം രൂപയുടെ ബെഡ് മേടിച്ചിട്ട് ഉറക്കം വന്നില്ല എന്താ പ്രയോജനം കഞ്ഞിയും കുടിച്ചിട്ട് ഒരു പായി കിടന്നാല് വിശപ്പ് കൊണ്ട് ഉറക്കം ഉണ്ടെങ്കിൽ സ്തോത്രം പറ ഞാൻ പറയുന്നുവല്ലോ മനസ്സിലാകുന്നു നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രതീക്ഷിച്ചത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം എബ്രായ ലേഖനം പന്ത്രണ്ടില് സകല ഭാരം ഇട്ടെങ്കിലും മുന്നോട്ട് പോകാം ഇത് ഓട്ടമാ ഐ മീൻ നമ്മൾ ട്രെയിനിൽ പോകുന്നതിൽ മൂന്നാല് ബാഗ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ ഭാരം കൊണ്ട് പോകത്തില്ല ഞാൻ ബെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം വചനത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം ഞാൻ മനസ്സിലാക്കിയത് ക്യാൻസറിനേക്കാൾ മാരക രോഗമാണ് ഡിപ്രഷൻ ടെൻഷൻ ഇന്ന് ഞാനിത് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് പലരും പ്രഭാതത്തിൽ ഞങ്ങൾ കരയുന്ന വിഷയമാണ് മീൻ ഒരുപാട് പേര് നിരാശയിലേക്ക് പോയി ജോലി നഷ്ടപ്പെട്ടവർ ഭാവി ഓർത്തവർ കഴി ദിവസവും വരുന്ന ഫോണുകളിൽ അധികം നിരാശയുടേതാണ് നല്ല ജോലിയുണ്ട് ഇന്നലെ ഒരു സഹോദരി വിളിച്ചു അവൾ നേഴ്സാണ് ഹസ്ബൻഡിന് കോവിഡ് വന്നു പുള്ളിക്കാരിക്കും കോവിഡ് വന്നു പുള്ളിക്കാരി പെട്ടെന്ന് നെഗറ്റീവായി വീട്ടിൽ വന്നു ഭർത്താവ് പോസിറ്റീവായി ഹോസ്പിറ്റലായി അവരാകെ പേടിച്ചു വരണ്ടു ഹസ്ബൻഡ് ഇപ്പൊ നെഗറ്റീവായി വീട്ടിൽ വന്നെങ്കിലും പുള്ളിക്കാരിക്ക് എല്ലാത്തിനോടും ഭയം എപ്പോഴും ഭയം എവിടൊക്കെയോ നിരാശ അങ്ങോട്ട് ഡിപ്രഷനിലേക്ക് പോകും ആരോടും മിണ്ടത്തില്ല ആരാധനയ്ക്ക് കൂടത്തില്ല പ്രാർത്ഥിക്കത്തില്ല പല ഇവിടെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് നമ്മൾ അറിയാത്ത പ്രിയപ്പെട്ടവർ നിരാശയുടെ വക്കിലാണ് ഞാൻ പറയാം ക്യാൻസർ അല്ല വലിയ രോഗം നിങ്ങൾ ഇതിനെ കെയർഫുൾ ആയി കാണണം ഇത് ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ് ഞാൻ പറയാം ക്യാൻസർ വന്ന രോഗികളെ നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ക്യാൻസർ രോഗികളുമായി കൂടുതൽ ഇടപഴകുന്ന ഒരാളാണ് ഈ ലോക്ക്ഡൗൺ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാ മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം കേരളത്തിൽ പോകും എനിക്ക് അവിടെ ഒരു ആംബുലൻസ് ഉണ്ട് ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി പോകാൻ ഒരു ക്യാൻസർ പേഷ്യൻസ് കെയർ യൂണിറ്റ് ഉണ്ട് ഞങ്ങൾ ഈ രോഗികളുമായി സംസാരിക്കും അവർക്ക് എന്തോ സന്തോഷമാണെന്നറിയാമോ വീട്ടിലേക്ക് രോഗികൾ വരും അവരുമായി സംസാരിക്കുമ്പോൾ അവരോട് കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് പറയും ഡോക്ടേഴ്സ് പറഞ്ഞു ആറ് മാസം കൊണ്ട് തീർന്നു പിന്നെ അവരെ കാണാൻ വരുന്ന നമ്മുടെ വിശ്വാസികളും പറയും ഇങ്ങനായിരുന്നു ലീലാമാമയ്ക്ക് ഇങ്ങനെ ആയിരുന്നു അഞ്ചാമത്തെ മാസം പോയി ഇത് പറയാനാ നമ്മൾ അവരുടെ വീട്ടിൽ പോന്നെ പിന്നെ ഞങ്ങളുടെ മാവിയുടെ ഒരു ബന്ധുവിന് ഇങ്ങനെ ഉണ്ടായിരുന്നു അവർ ഇതുണ്ട് എട്ടാം മാസം പോയി നമ്മൾ അവരുടെ വീട്ടിൽ പോന്ന് പ്രാർത്ഥിക്കാനോ ആശ്വസിപ്പിക്കാനോ അല്ല ഇയോബിന്റെ വീട്ടിൽ സ്നേഹിതന്മാർ വന്നതുപോലെ നമ്മൾ പോകുന്നത് നമ്മൾ ഈ തീർന്ന കാര്യം പറയാൻ അവിടെ പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ക്യാൻസർ എന്ന രോഗികളുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നമ്മൾ അവരുടെ കൂടിയിരിക്കുന്നവർക്ക് സന്തോഷമാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് സന്തോഷമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവൻ നമ്മൾ പറയുമ്പം ഓക്കെ ഒരു മീറ്റിങ്ങിന് വിളിച്ച് അവർ വയ്യാങ്കിലും വരും വന്നിരിക്കും ഞാൻ വചനം പറയുമ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ഒരു നിരാശപ്പെട്ട ആകുലപ്പെട്ട ഒരാളുടെ അടുത്തൊരു നിങ്ങൾ ചെന്നേ ഒരു എനിക്ക് സംസാരിക്കണ്ട എനിക്ക് ഇരുന്നാൽ മതി അമ്മ കറക്റ്റ് ശരിയാണോ എനിക്ക് ഇരുന്നാൽ മതി എനിക്ക് ആരോടും സംസാരിക്കണ്ട അടുത്ത അവരോട് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് അവർ പറയും എനിക്ക് വിശപ്പില്ല അവർക്ക് വിശപ്പില്ല ഭക്ഷണം വേണ്ട അവരെ പ്രാർത്ഥിക്കാൻ വിളിച്ചേ അവർ പ്രാർത്ഥിക്കാൻ വരത്തില്ല ആരാധനയ്ക്ക് വിളിച്ചേ അവർക്ക് ആരാധന വയ്ക്കാൻ വരത്തില്ല അവർക്ക് എപ്പോഴും ഒറ്റപ്പെട്ട് ഉറക്കമില്ല ഭക്ഷണമില്ല ആരെയും കാണണ്ട ആരോടും മിണ്ടണ്ട മാറിയിരിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏറ്റവും വലിയ രോഗം ക്യാൻസർ ആണോ അതോ നിരാശയാണോ ക്യാൻസർ രോഗികൾക്ക് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമാണ് നമ്മൾ അവരുടെ അവിടുന്ന് പോകാതിരുന്നാൽ മതി നമ്മൾ സംസാരിക്കുന്നതോറും അവരുടെ വേദന കുറഞ്ഞുകൊണ്ടിരിക്കുക ഐ മീൻ നമ്മുടെ വചനം കേൾക്കുമ്പോൾ അവർക്ക് ആശ്വാസം പ്രാർത്ഥന അവർക്ക് ഇഷ്ടമാണ് നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് സന്തോഷമാണ് പക്ഷേ നിരാശ വന്ന ഒരുവൻ നമ്മൾ അടുത്തിരിക്കുന്ന ഇഷ്ടമല്ല അവർ എന്നെ ഫ്രീ ആയിട്ട് വിടും ഞാൻ കുറച്ചേരം ഫ്രീ ആയിട്ടിരിക്കട്ടെ നമ്മൾ സംസാരിക്കുന്ന ഇഷ്ടമല്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന ഇഷ്ടമല്ല ഐ മീൻ അവർക്ക് ഒറ്റയ്ക്കിരിക്കണം ഏറ്റവും വലിയ രോഗം അത് ക്യാൻസർ അല്ല അത് കൊറോണയല്ല അത് നിരാശയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് പടരുമ്പോൾ ഒരു കാര്യം ഇത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് അതിന്റെ ലക്ഷണമാണത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നമ്മൾ വിചാരപ്പെടാൻ സാധ്യതയുണ്ട് ഇനി എത്ര പ്രസംഗിച്ചാലും എനിക്ക് ടെൻഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം അമ്മ നമ്മളോട് പറഞ്ഞ വാക്തത്വമുണ്ട് അതി പിടിക്കണം ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകൾ മാറുകയില്ല അതി പിടിക്കണം പിന്നെ രണ്ടാമത്തെ ഇതിനെ ഏറ്റവും ജയിക്കാനുള്ളൊരു മാർഗം ഇത് ഒന്നേ ഉള്ളൂ ഇത് പ്രാർത്ഥനയാൽ എന്താ ഇങ്ങനെ ഈ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല വളരെ സിമ്പിളാണ് ഞാൻ വചനത്തിൽ കയറുന്നേ ഇല്ല ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയായിരിക്കും ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്നവരെ എനിക്കറിയില്ല കർത്താവിനറിയാം ആരെയൊക്കെയോ കർത്താവ് ഒന്ന് ധൈര്യപ്പെടുത്തുകയാണ് ഒരുപക്ഷെ പ്രസംഗം മോശമായി അല്ലെ പ്രസംഗിച്ചില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആരോടോ പരിശുദ്ധാത്മ വിരൽ ചൂണ്ടി പറയുക നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഓട്ടത്തിന് തടസ്സമായി നിൽക്കുന്ന പാപം പോലെ തന്നെ തുല്യമാണ് ഒരു കൈ കിടക്കുന്ന ബാഗാണ് പാപം അടുത്ത കൈ കിടക്കുന്ന ബാഗാണ് ഭാരം അത് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓടാൻ കഴിയത്തുള്ളൂ ഈ നിരാശ കൊണ്ടുവരുമ്പോൾ നാം ദൈവത്തിൽ അവിശ്വസിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പത്രോസ് തടവറയിൽ കിടക്കുന്നേ അവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിട്ട് പത്രോസ് ഉറങ്ങുന്നതെന്ന് പ്രസംഗിച്ച തെറ്റൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല കാര്യം പക്ഷെ ദൈവം അവനോട് കർത്താവ് അവനോട് മുഖത്ത് നോക്കി ഒരു ദൂത് പറഞ്ഞു അവൻ പ്രായമാകുന്നത് വരെയുള്ള ജീവിതത്തിന്റെ അവസ്ഥകളിൽ അവനറിയ യാക്കോബ് പോയത് യാക്കോബിന്റെ സമയത്താ പക്ഷെ പത്രോസ് പോകത്തില്ല പത്രോസിന് ഇനിയും മുന്നോട്ട് യാത്രയുണ്ട് അതുകൊണ്ട് അവൻ കിടന്നുറങ്ങി അവൻ കിടക്കുന്നത് പടയാളികളുടെ നടുവില കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ട് നാളെ അവനെ യാക്കോവിനെ പോലെ തല വെട്ടും പക്ഷെ ഉറങ്ങാൻ കാര്യം കർത്താവ് വാക്ക് മാറുന്നതല്ലെന്ന് പത്രോസിന് ഉറപ്പുണ്ട് ഐ മീൻ ചങ്ങലയ്ക്കകത്തിട്ടാലും പടയാളികൾ കാവൽ നിന്നാലും നാളെ കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ ഉറങ്ങാൻ കാര്യം എൻ്റെ യേശു വാക്ക് മാറുന്നവനല്ല അതുകൊണ്ട് ഒരിക്കലും ആ വാള് എൻ്റെ കഴുത്തെ വെക്കത്തില്ല യാക്കോബിൻ്റെ കഴുത്തെ വെച്ചത് യാക്കോബിൻ്റെ സമയം തീർന്നത് കൊണ്ടാ യോഗന്നാൻ സ്നാപകന്റെ തല വെട്ടിയത് യോഗന്നാൻ സ്നാപകന്റെ സമയം തീർന്നത് കൊണ്ടാ ഒരു കാര്യം പറയാം ഗ്രഹാം സെയിൽസ് മരിക്കുന്നു അത് ദൈവം അറിയാതെ അനുവദിക്കാതെയല്ല രക്തസാക്ഷികൾ ഒത്തിരി ഉണ്ട് ദൈവം അനുവദിച്ചിട്ട പക്ഷേ വാക്തത്വം ഇങ്ങനെ പറയുന്നു പത്രോസ് എന്റെ കഴുത്തെ കത്തി വെക്കത്തില്ല ഞാൻ ഇന്ന് രാത്രി സമാധാനത്തോടുറങ്ങും കാരണം ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ ദൈവം അറിയാതെ നമ്മൾ ഈ വാക്യങ്ങളെ കാണാതെ പറയാൻ ദൈവമക്കൾ മിടുക്കരാ എന്റെ തലയിൽ ഒരു മുടി പൊഴിയണമെങ്കിൽ ദൈവം അറിയും എന്റെ ചുവടുകളെ അവൻ എണ്ണി വെച്ചിരിക്കുന്നു ഇത് പറയുന്ന നമ്മൾക്ക് ദൈവം ഒരു കുടുംബം തന്നെങ്കിൽ ദൈവം ഒരു ജോലി തന്നെങ്കിൽ ദൈവം കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ ദൈവത്തിന് അവരെ പരിപാലിപ്പാൻ അറിയത്തില്ലേ ഒരു ലോക്ക്ഡൗൺ കൊണ്ടോ ഒരു രാജ്യത്തെ വിസ നിന്നത് കൊണ്ടോ ഒരു കമ്പനി പൂട്ടിയത് കൊണ്ടോ ഒരു ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ തീരുന്നതാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലേ അല്ല മീൻ ഒരു കാക്കയുടെ വരവ് നിന്നപ്പോൾ കാക്ക ചിന്തിച്ചു ഞാൻ പോകാത്തത് കൊണ്ട് ഏലിയാവ് തീർന്നെന്ന് കാക്ക നിനക്കറിയത്തില്ല വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം കേട്ടോ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ആയിരം വട്ടം കേട്ടതാണെങ്കിലും ദൈവാത്മാവിൽ പറയാം കാക്ക ചിന്തിക്കുന്നത് ഞാൻ ചെന്നു ഏലിയാവിനെ കാണുന്നില്ല പക്ഷേ ഏലിയാവ് തീർന്നു കാണും ഇന്നാ ഞാൻ അപ്പം കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഏലിയ വിശന്ന് അവൻ തീർന്നു കാണും കാക്കെ നിന്റെ ചിന്ത നീ കൊടുത്തതുവരെ ജീവിച്ചോളന്ന ഇന്ന് നീ കൊടുത്തില്ലെങ്കിൽ തീർന്നെന്ന അല്ല ദൈവം മറ്റൊന്ന് കണ്ടിട്ടുണ്ട് ദൈവമക്കളെ ഈ പ്രതിസന്ധിക്കകത്തും ഈ പ്രതികൂലത്തിനകത്തും ഞാൻ പറയുന്നില്ല എല്ലാം തീരാൻ പോവാ എല്ലാം ശുഭമാകാൻ പോവാ നാളെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല അമിൻ ഈ വേദപുസ്തകം ഇനിയും പഠിപ്പിക്കുന്നത് ഞാൻ നെഗറ്റീവ് പറയാനല്ല ഇന്ന് രാത്രി വന്നത് പോസിറ്റീവ് പറയുന്ന ഒരു ദൈവദാസൻ വിശ്വാസന പക്ഷേ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ നടക്കും വള്ളി പുള്ളി ഇല്ലാതെ നടക്കും യേശുവിന്റെ ജനനം നടന്നോ മരണം നടന്നോ ഉയർപ്പ് നടന്നോ അവന്റെ വരവ് സംഭവിക്കും വരവ് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വരവിന്റെ ലക്ഷണങ്ങൾ നടക്കും വരവിന്റെ ലക്ഷണത്തിൽ ഇനി ക്ഷാമമുണ്ടെന്നേ ഭൂകമ്പമുണ്ടെന്നേ പകർച്ചവ്യാധികൾ ഉണ്ടെന്നേ യുദ്ധമുണ്ടെന്നേ യുദ്ധശ്രുതി ഉണ്ടെന്നേ അങ്ങനെയെങ്കിൽ ലോക ബാങ്ക് കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞില്ലേ പത്ത് പത്ത് ദശലക്ഷം പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് മാറുമെന്നും ലോക ബാങ്കിന്റെ കണക്ക് പറഞ്ഞത് ഈ ഭൂമിയിൽ പത്ത് പത്ത് ദശലക്ഷം പ്രിയപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരു ക്ഷാമത്തിലേക്ക് പോകുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ദൈവദാസനല്ല പക്ഷെ എന്റെ സന്തോഷം കർത്താവിന്റെ വരവടുക്കുന്നല്ലോ അടുക്കുന്നല്ലോ അവൻ ക്ഷാമമുണ്ടാകുമെന്ന് അവൻ പറഞ്ഞു ഭൂകമ്പം ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു പകർച്ചവ്യാധി കൊറോണ മാറിയാൽ അടുത്തത് വന്നെന്ന് വരാം ഭാരപ്പെടേണ്ട വരാൻ വേണ്ടി പറയല്ല പക്ഷെ പുസ്തകത്തിലെ പ്രവചനം നടക്കണം ഒന്നിനു പുറകെ ഒന്നായി നടക്കുമ്പോൾ നമ്മുടെ അകത്ത പ്രത്യാശ പ്രാണപ്രിയന്റെ വരവ നിത്യതയുടെ വെളിപ്പാടുള്ള ഒരു ഒരു ദൈവമക്കൾക്കും ഈ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ലെന്നെണ്ണണം ഐ മീൻ ക്രിസ്തീയ ജീവിതം കഷ്ടതയുടേതാ ഇന്നത്തെ ചില പഠിപ്പിക്കലുകൾ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാമോ മീൻ കഷ്ടത ശാപമാ പെട്ടെന്ന് വിടുതൽ നടന്നില്ലേ ശാപമാ പെട്ടെന്ന് ജോലി കിട്ടിയില്ലേ ശാപം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന മെസ്സേജുകൾ ഞാൻ കേട്ടു ഏറ്റവും കൂടുതൽ മീഡിയകളിലൂടെ ദുരുപദേശം പടരുന്ന ഒരു കാലഘട്ടം പക്ഷേ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ യേശു എന്നോടൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പൗലോസും പത്രോസും അല്ല പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട് പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചവന ഐ മീൻ വിളിച്ചിറക്കപ്പെടുന്ന ജനത്തിന് പോലും ചെങ്കടലുണ്ട് മരുഭൂമിയുണ്ട് യോർദാനുണ്ട് യുദ്ധങ്ങളുണ്ട് വാക്തത്വത്തിലേക്ക് പോകാൻ ദൈവമക്കളെ നമുക്ക് ചെങ്കടലുണ്ടെങ്കിൽ വഴിയുണ്ടെന്നേ മരുഭൂമി ഉണ്ടെങ്കിൽ മഞ്ഞയുണ്ടെന്നേ കയ്പുണ്ടെങ്കിൽ വെട്ടിയിടാനുള്ള കൊമ്പുണ്ടെന്നേ ഒരു ആമയും പറഞ്ഞേ ആമേൻ ജീവിതം ഒരിക്കലും ഒരേ നിലവാരത്തിൽ സുഖകരമല്ല ഈ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല പക്ഷേ ഏത് പ്രതിസന്ധിയിലും ആമീൻ നമ്മെ ജയോത്സകമായി നടത്താൻ കർത്താവിനറിയാം ഇടത്ത് ആയിരം വീഴട്ടെ വലത്ത് പതിനായിരം വീഴട്ടെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവില്ലേ ഈ വചനങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തൊന്ന് ഉരുവിട്ട് നോക്കിയേ ശബ്ദമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു നോക്കിയേ ആരാധനാ ഹോളികൾ കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിച്ച നമുക്ക് ഈ സൂമിൽ ഇരിക്കുമ്പോഴും അങ്ങനെ ചെയ്യാം നാം ഇരിക്കുന്നു നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ വീട്ടിൽ ശബ്ദം ഉയരട്ടെ നമ്മുടെ വീട്ടിൽ വചനം ഉയരട്ടെ വചനം കേൾക്കുമ്പോൾ ആരാധന ഉയരട്ടെ അന്യഭാഷയിൽ ആരാധിക്കട്ടെ ഇപ്പോൾ നമ്മൾ വന്ന് വന്ന് പാട്ട് കേട്ടും പ്രസംഗം കേട്ടുകൊണ്ടും മുന്നിലിരിക്കുന്നവരായി മാറാതെ ആമീൻ നമ്മൾ ആത്മാവിലൊന്ന് ആരാധിച്ചു നോക്കിയേ ആമീൻ നമ്മുടെ വീടുകൾ ശബ്ദമുയർത്തി നോക്കിയേ ഈ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മുടെ നിരാശകളെ എടുത്തു മാറ്റാൻ പറ്റും പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകത്തില്ല ഈ ഫിലിപ്പിയ സഭയ്ക്ക് ഐ മീൻ ഈ ദൂത് പൗലോസ് എഴുതുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു അന്നേരം മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നേ ഉണ്ടെന്നേ ഈ സഭയിൽ മൂന്ന് വർഷത്തേക്ക് വന്നൊരു പാസ്റ്റർ അല്ല പൗലോസ് ഈ ദേശത്തേക്ക് ആദ്യം ചുവട് വെച്ച് വന്ന മിഷണറിയ നമുക്കറിയാം അപ്പോ സ്ഥല പ്രവൃത്തി പതിനാറ് നമ്മുടെ അകത്തിരിപ്പുണ്ട് അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ ആസിയിൽ പോകാൻ ആഗ്രഹിച്ചു ആറ് മുതൽ വായിക്കുമ്പോൾ പിന്നീട് ബുധിന്യയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പരിശുദ്ധാത്മ വിലക്കി ശ്രദ്ധിക്കണേ എന്നിട്ട് മക്കതോന്യ ദർശനം കാണിച്ചു മക്കതോന്യ സഹോദരന്മാർ വന്ന് വിളിച്ചു മക്കതോന്യ സഹോദരന്മാർ വിളിച്ചപ്പോൾ പൗലോസ് എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങൾ ആ വാക്യത്തിൽ അമേൻ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതിക്കുന്നത് അമേൻ ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കധോനിയിലേക്ക് പുറപ്പെട്ടു അവർ ഉറപ്പിച്ചു എന്നാൽ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു ഇനി ശ്രദ്ധിക്കണേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയാ നിങ്ങൾ കർത്താവിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കാരണം മെസ്സേജ് വേറൊരു വഴി കൂടെ പോകുന്നത് കൊണ്ട് ആരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി പറയുക പരിശുദ്ധാത്മാവ് പറഞ്ഞു മക്കധോനിയിൽ ആസിയിൽ പോകണ്ട ബുദ്ധിന്യയിൽ പോകണ്ട മക്കതോന്യ ദർശനം കാണിച്ച് അവർ പറഞ്ഞു കർത്താവ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു ഉടനെ മക്കതോന്യ പോയി ചെന്ന് കയറുമ്പോ അറിയോ അവിടെ സ്വീകരിക്കാൻ ആരുമില്ല ബന്ധുക്കളും ചർച്ചക്കാരും ഒന്നും ഉണ്ടെന്നും പറഞ്ഞല്ല അങ്ങോട്ട് പോയത് ചെന്നപ്പോൾ പുഴവക്കത്ത് സഹോദരിമാരാ ലുതിയെ കണ്ടു അവിടെ ആ കൂട്ടത്തിൽ അങ്ങ് വചനം പറഞ്ഞു ദൈവം ഒരു സഹോദരിയുടെ ഹൃദയം തുറന്നു ഇത് നമ്മുടെ അകത്തൊരു കഥ പോലെ ഇരിപ്പുണ്ട് അവൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചു അവിടെ കൊണ്ട് പക്ഷേ പൗലോസ് ചിന്തിക്കുക ആ ഇവിടെ ഒരു വീട് തുറന്നു കിട്ടി ഇനി പിന്നെ ഇവിടെ തന്നെ കുറച്ച് നാൾ നിൽക്കാം അങ്ങനല്ല അടുത്തത് പുറത്തേക്ക് ഇറങ്ങി വീതിയിലൂടെ പോകുമ്പോഴാണ് ഐ ആർക്കും ആർക്കും കിട്ടാത്തൊരു വെളിപ്പാട് അവിടുത്തെ ഒരു സഹോദരിക്ക് കിട്ടി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം പറയാൻ വന്നവർ നമ്മുടെ ബന്ധക്കോസത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മൾ തന്നെ പറയും എന്തോ ദൂത ഐ മീൻ എന്തോ ദൂത കറക്റ്റ് ഞാൻ ചോദിക്കട്ടെ എവര് പറഞ്ഞതിനകത്ത് ദൂതിലെന്താ തെറ്റ് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരല്ലേ അവർ അവർ ഈ രാജ്യത്ത് വന്നതിനെ ബിസിനസ് ചെയ്യാനാണോ അല്ല ഈ ദേശം കാണാനാണോ ടൂറിസ്റ്റ് ആയിട്ട് വന്നോ അല്ല രക്ഷാമാർഗം അറിയിക്കാൻ വന്ന ദൂത് കറക്റ്റ് പക്ഷേ ഞാനായിരുന്നു ഈ സത്യസന്ധമായി പറയാം ഞാനായിരുന്നെങ്കിൽ ആകെ അവിടെ കിട്ടിയ ഒരു സഹോദരി നമ്മളെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉടനെ ഫോൺ നമ്പർ മേടിച്ച് പിറ്റേത് വാട്സപ്പിൽ നിങ്ങളുടെ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണേ വീട്ടിൽ വന്ന് ഇച്ചിരി സുവിശേഷം പറയാം വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ലുതിയുടെ വീട്ടിലും കുറച്ച് ദിവസം ഈ സഹോദരൻ വീട്ടിലുമായിട്ടൊക്കെ കാര്യങ്ങൾ കഴിച്ചു കൂട്ടിയാണ് പക്ഷേ അവർ പോയത് ദൈവിക ദർശനം പ്രാപിച്ച ഒരാമയും പറഞ്ഞു ഐ മീൻ നിശ്ചയത്തോടെ ഉറപ്പോടെ പോയെ എവിടെങ്കിലും കുടുങ്ങാനല്ല പോയത് ഐ മീൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു ആള് ശരിയാ പക്ഷെ അകത്തിരിക്കുന്ന ആത്മാവ് ശരിയല്ല ഒറ്റ ശാസനയിൽ നമുക്ക് മനസ്സിലായോ അടുത്തത് ഉപദ്രവമാണ് അടിയ റോഡിലൂടെ വലിച്ചഴച്ച് വസ്ത്രമൊരിഞ്ഞ് കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടു ഞാൻ ചിന്തിക്കുക ഐ മീൻ ഈ സമയത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിലെ ആരെങ്കിലും ദൈവദാസന്മാരാണ് പറഞ്ഞേന് ഐ മീൻ അന്ന് കണ്ട വെളിപ്പാട് അത് വെളിവുകേടായി പോയല്ലോ കാരണം ഈ വെളി ദൈവം കൊടുത്ത വെളിപ്പാടാണെങ്കിൽ ദൈവം കൊടുത്ത ദർശനമാണെങ്കിൽ ആദ്യം കയറി വന്നപ്പോഴേ വിടുതൽ നടക്കുന്നു സ്നാനം നടക്കുന്നു അടുത്തൊരു പ്രതിസന്ധി എന്നെ പോലുള്ള ഒരു ദൈവദാസനും ആഗ്രഹിക്കുന്നില്ല അടി കിട്ടുന്നതോ ഉപദ്രവം വരുന്നതോ കാരാഗ്രഹത്തിൽ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ മക്കധോനിയിലേക്ക് എത്തിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ക്രൂസൈഡ് നടക്കണം ഒരു മൂവായിരം പേര് സ്നാനപ്പെടണം സ്ഥല പ്രവർത്തി രണ്ടിലും മൂന്നിലും നടന്നതിനേക്കാൾ അത്ഭുതകരമായത് അയ്യായിരം പതിനായിരം ഫിലിപ്പിയിൽ സ്നാനപ്പെടണം മുടന്തൻ എഴുന്നേൽക്കണം മരിച്ചവർ ഉയർക്കണം ഈ ഒരു ചിന്തയിലാണ് പോകുന്നത് അവിടെ ചെന്നപ്പോ എന്താ എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ചു ഇപ്പൊ എന്താ ആള് കാരാഗ്രഹത്തിന് റോമൻ പൗരത്വമുള്ള പൗലോസിന് അറിയാം വിചാരണ കൂടാതെ ഒരാളെ തടവറയിൽ ഇട്ടാൽ പുറത്തു വരത്തില്ല സെയിം സിസ്റ്റമാണ് ഇന്ന് പല രാജ്യങ്ങളിലും ഉള്ളത് അറബ് രാജ്യങ്ങൾ ഇന്ന് അങ്ങനെയാ കാരണം വിചാരണയുണ്ട് ഇവർ ചെയ്ത തെറ്റിനെ വിളിച്ചു പറഞ്ഞ് എത്ര വർഷം ജയിലിലിടുമെന്ന് ഒരു പത്രം വായിക്കാതെ അവർ അകത്തു പോയാൽ അവർ പുറത്തു വരുന്ന ദിവസമില്ല അറിയാം ശ്രദ്ധിക്കണേ പ്രിയരെ ഇവിടെയാണ് ഈ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ് ഈ അഭിഷക്തനെ കാണാം നമ്മൾ ഒരാളുടെ വാക്കുകളെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ മതി പൗലോസ് എന്തു പറഞ്ഞു അത് തൻ്റെ ജീവിതമാണ് നല്ലൊരു ആമയും പറയാമോ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതമായിരിക്കട്ടെ ഐ മീൻ ഈ മനുഷ്യൻ എല്ലാവരോടും പറയാം സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ ഞാൻ കണ്ടതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ശുശ്രൂഷയുണ്ട് ഏറ്റവും എളുപ്പം മറ്റുള്ളവരോട് പ്രവചിക്കാൻ എളുപ്പം ദൂത് പറയുന്ന ഒരു തെറ്റും പെട്ടെന്ന് പറ്റും പിന്നെ ആരെങ്കിലും രോഗിയായിരിക്കുമ്പോൾ ധൈര്യമായിരിക്കുക തൻ്റെ അടിപ്പണരാൾ സൗഖ്യമുണ്ട് ആരെങ്കിലും നിരാശ എന്തിനാ ഭാരപ്പെടുന്നത് കർത്താവ് നടത്തും ഐ മീൻ നമുക്ക് മറ്റുള്ളവർ പിന്നെ പിന്നെ ഷുഗർ ഉണ്ടോ മധുരം ഉപയോഗിക്കുകയേ ചെയ്യരുത് ബി പി ഉണ്ടോ ഉപ്പ് ഉപയോഗിക്കുക രാവിലെയൊക്കെ ഇറങ്ങി ഒന്ന് നടക്കണം ഐ പിള്ളേരെ കണ്ട ഉടനെ പറയും പഠിക്കണം പഠിച്ചത് ഞങ്ങളൊന്നും പഠിച്ചില്ല പഠിക്കണം നമ്മൾ ഉപദേശിക്കാൻ മിടുക്കര എന്നാൽ ഇതേ സംഭവം നമ്മൾ തിരിച്ച് നമ്മളോടൊന്ന് പറയാൻ പറ്റൂ മധുരം കഴിക്കല്ലേ എന്ന് നമ്മൾ നമ്മളോട് പറയൂ ഉപ്പ് എന്ന് പറയും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറയും രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മളോട് പറയാൻ പാടാ മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇവിടെ പൗലോസ് പറഞ്ഞു നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ചോദിക്കാം പൗലോസെ നിങ്ങൾ പറഞ്ഞ് ശരി തന്നെയാണോ അതെ ഞാനിപ്പോൾ കാരാഗ്രഹത്തിനകത്താണ് ഏറ്റവും വലിയ ഇന്ന് അന്നൊന്നും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാത്തതിനാൽ ഞാൻ ഇന്ന് സ്തോത്രം പറയാം കാര്യം എന്ന് പറയുമ്പോൾ ഈ വീതിയിലൂടെ വസ്ത്രം ഉരിഞ്ഞ് റോഡിലൂടെ ഇവരെ വലിക്കുമ്പം ആളെല്ലാം കൂടി ഇപ്പൊ കുമ്പനാടോ റാന്നിയോ ഒന്നും നിങ്ങൾ ചിന്തിച്ച തിരുവല്ല പട്ടണത്തിലാണെങ്കിൽ റോഡിന്റെ നടുക്കൂടെ രണ്ട് ചെറുപ്പക്കാരെ വസ്ത്രം ഉരിട്ട് വലിക്കുക റോഡിലൂടെ വലിക്കുക അട്ടി ആവശ്യം പോലെ കൊടുക്കുക അപ്പോഴത്തെ നമ്മൾ കാറെല്ലാം നിർത്തി ചോദിക്കുക എന്തുവരെ അപ്പുറത്തൊരു പെണ്ണ് നിന്ന് അലറുന്നുണ്ട് പൂതാ അവളെ ശാസിച്ചത് അവൾ നിന്ന് അലറുക അന്നേരം പെണ്ണപ്പുറത്ത് ബഹളം ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരെ ഇവിടെ നാട്ടുകാർ അടിക്കുന്നുണ്ട് റോഡിലൂടെ വലിച്ചഴയ്ക്കുന്നുണ്ട് ഉടനെ അതിന്റെ ഒരു ഒരു രണ്ട് ഫോട്ടോ എടുക്കുക ഉടനെ നമ്മളങ്ങ് പോസ്റ്റ് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യണം എന്തെങ്കിലും എല്ലാം കൂടുതൽ ലൈക്ക് കിട്ടത്തുള്ളൂ രണ്ടാമത് പോസ്റ്റ് ചെയ്ത് ആരെങ്കിലും ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് പോയില്ലേ എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടിയുണ്ട് ആദ്യം തന്നെ രണ്ട് ഫോട്ടോ എടുത്തു ആമീൻ തൊട്ട് താഴെ ഇറങ്ങി രണ്ട് ചെറുപ്പക്കാരെ നാട്ടുകാർ പിടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കാര്യം എന്തോ ആർക്കറിയാം ഇവർ തന്നെ ഒരു കാര്യം അപ്പുറത്തൊരു പെണ്ണ് എന്ന് കരയുന്ന പെണ്ണ് എന്ന് കരയുന്ന ഒരു ഫോട്ടോയും നാട്ടുകാർ പിടിച്ചടിക്കുന്നതും വലിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ ഫേസ്ബുക്ക് ഇട്ടപ്പോഴേ കാര്യം ശരിയായി ഞാൻ വല്ലതും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആമീൻ കാര്യമൊന്നുമില്ല അമീൻ ഇത് നാം ചെന്ന് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട നിമിഷമായിരിക്കും പക്ഷെ അവർക്കൊന്നും ഒരു വിഷയമല്ല യഥാർത്ഥ ദർശനം പ്രാപിച്ചവൻ ഒരു ആമീൻ പറയാമോ കുഞ്ഞ് ദർശനം കണ്ടിറങ്ങി നിനക്ക് ഒരുപക്ഷെ ഉപദ്രവം വരുമ്പോൾ പീഡനം വരുമ്പോൾ അപമാനം വരുമ്പോൾ നിന്നെ അപമാനിക്കുമ്പോൾ പോകരുത് ഇത് ദൂത് മാറിയതല്ല ദർശനം മാറിയതല്ല കർത്താവിന്റെ പ്രീ പ്ലാനായത് സ്തോത്രം പറയാമോ കർത്താവിന്റെ പ്രീ പ്ലാനാ പലപ്പോഴും നമ്മൾ ചോദിക്കും ഐ മീൻ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിൽ കുറിച്ച് പറഞ്ഞ പത്തൊമ്പതിന്റെ തേർട്ടി ഫസ്റ്റിന്റെ ദൂത് മാറിപ്പോയോ മാറിപ്പോയിട്ടില്ല ഈ ഇരുപത് അനുഗ്രഹം തന്നെയാ ചിലരോട് ചോദിച്ചേ അനുഗ്രഹം തന്നെയാ ആമീൻ ചിലരോട് ചോദിച്ചേ ഈ ദിവസങ്ങൾ അനുഗ്രഹം തന്നെയാ ദൂതൊന്നും മാറിയിട്ടില്ല ഈ കഷ്ടത വന്നതുകൊണ്ട് പ്രതിസന്ധി വന്നത് ദൂത് മാറിയതല്ല ഇപ്പോ ഞാനാണെങ്കിൽ ചിന്തിച്ചേനെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇത് കർത്താവ് പറഞ്ഞില്ലല്ലോ ഇനി ഇവർ തമ്മിലും അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സീലാസ് പറയും ആമീൻ പൗലോസേ നീ എന്തിനാ പെട്ടെന്ന് സഹോദരിയുടെ തലയെ കൈവച്ച് എന്തിനാ അവളെ ശാസിച്ച് എന്തിനാ നമ്മളിപ്പോ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലേ അവര് തമ്മിൽ അതൊന്നുമില്ല നേരെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് ചെല്ലുമ്പോൾ സഹ തടവുകാരെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കണേ ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവർ രണ്ടുകൂടെ ചെന്ന് നമ്മളാണെങ്കിൽ അവർക്കറിയാം ആര് കാരാഗ്രഹത്തോട് ചെന്നാലും പറയും ഇതെല്ലാം ചതിയായിരുന്നു കേട്ടോ വഞ്ചനയായിരുന്നു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല പിന്നെ അവര് പൈസ കൊടുത്ത് വക്കീലിനെ വെച്ചതാ ഞാൻ ന്യായ ജഡ്ജിയെ കൈക്കലാക്കി അങ്ങനെയാണ് ഞാൻ ഈ ജയിലിൽ വരാനുള്ള കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തു ഏത് ഏത് കള്ളനും പറയുന്നത് തെറ്റ് ഏത് തെറ്റുകാരനും പറയുന്നത് തെറ്റില്ല പക്ഷെ ഇവർക്ക് അവിടെ ചെന്നപ്പം അവിടെ ഉള്ളവരോടൊന്നും കഥ പറയാനൊന്നും സമയമില്ല ഞാൻ ചിന്തിക്കുക മുറിവേറ്റവരായി വേദനിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് ഈ പൗലോസിന്റെ മുറിവ് ഈ സൈക്കിളിൽ നിന്ന് വീണിട്ടുള്ളവർ ചോദിച്ചാൽ മതി ബൈക്കിൽ നിന്ന് വീണ് കാറിൽ നിന്ന് ബൈക്കിൽ നിന്ന് വീണ് റോഡിൽ കൂടെ ഉറഞ്ഞിട്ടുള്ളവർ പണ്ട് സൈക്കിളിൽ നിന്ന് വീണിട്ടുള്ളവർ ചോദിച്ചാൽ മതി ഏറ്റവും വലിയ ഒടുവല്ല ചതവല്ല ഈ റോഡിലൂടെ നിരങ്ങിയ വേദന രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയാം അല്ല മനസ്സിലായി റോഡിലൂടെ വലിച്ചടിച്ചവർ അകത്ത് കയറുമ്പോൾ ഒരു ഇതുമില്ല ഇവിടെ പറഞ്ഞില്ലേ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അകത്ത് കയറി ഞാൻ കണ്ടത് രണ്ട് കാര്യം ഒന്ന് പ്രാർത്ഥന ആരാധന ഒരാമയും പറയാമോ ഒന്ന് പ്രാർത്ഥന അവർ അകത്ത് കയറി അവർ കർത്താവിനെ ശീലാസ് പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത് ഒരു വാക്ക് പറയാനാ പ്രാർത്ഥിച്ചു സ്തുതിച്ചു പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആമീൻ പറഞ്ഞോണം ചങ്ങലയ്ക്കോ കാരാഗ്രഹത്തിനോ മുറിവിനോ അപമാനത്തിനോ ഉപദ്രവത്തിനോ തടയാൻ പറ്റത്തില്ല ഇതായിരിക്കണം ഒരു ദൈവ പൈതൽ ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയോ ആരാധനയോ അപമാനത്തിനോ ഉപദ്രവത്തിനോ കഷ്ടതയ്ക്കോ അവന് ഒന്നിനും തടയാൻ പറ്റരുത് നമുക്ക് ജോലി പോയാൽ പിന്നെ നിരാശയാണ് അച്ഛാ പ്രാർത്ഥിക്കുന്നില്ലേ ഇല്ല ആകെ ഗ്ലൂമിയ എൻ്റെ കുഞ്ഞ് നീ ദൈവ പൈതലല്ല നിന്റെ മേൽ ഒരു അഭിഷേകവും ഇല്ല അഭിഷേകം വെള്ളിയാഴ്ച ഞായറാഴ്ച വരുന്നതല്ല അഭിഷേകം പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ആരാധിക്കാൻ പറ്റുമോ രോഗ കിടക്കയിൽ നിനക്ക് സ്തോത്രം പറയാൻ പറ്റുമോ ജോലി നഷ്ടപ്പെടുമ്പോഴും കാറ് നഷ്ടപ്പെടുമ്പോഴും ഉപദ്രവിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും നിനക്ക് പാടി സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ ഞാൻ പറയാം നീ ഒരു ദൈവ നിനക്ക് നിത്യതയുടെ വെളിപ്പാടുണ്ട് ദൈവമായിട്ടൊരു ബന്ധമുണ്ട് നിന്റെ മേലൊരു അഭിഷേകമുണ്ട് അഭിഷേകം പാട്ട് കഴിയുമ്പോൾ വരുന്നതോ പാട്ടിൽ വരുന്നതോ അല്ല സമൃദ്ധിയിൽ വെളിപ്പെടുന്നതല്ല അഭിഷേകം ഇവിടെ ഉപദ്രവിക്കപ്പെട്ടവരായി വലിച്ചിഴച്ച് വേദന നമ്മൾ പറയും പനിയ ഇന്ന് പാസ്റ്റർ ആരാധനയ്ക്ക് വരുന്നില്ല നടുവേദനയ വരുന്നില്ല തലവേദനയ വരുന്നില്ല പിന്നെ കുഞ്ഞിന് തുമ്മല വരുന്നില്ല കുഞ്ഞിന് ചീറ്റല വരുന്നില്ല അതല്ല അഭിഷേകം ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രാർത്ഥനയ്ക്ക് കാരാഗ്രഹമില്ല പ്രാർത്ഥനയ്ക്ക് ചങ്ങലയില്ല പ്രാർത്ഥനയ്ക്ക് വേദനയില്ല എവിടെയും സ്തുതിക്കാൻ കഴിയുന്നതാണ് ഒരു ദൈവ പൈതൽ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നത് പ്രതിസന്ധികൾ തീർന്നില്ല പ്രതികൂലങ്ങൾ തീരുന്നില്ല നെഗറ്റീവ് അല്ല മുന്നോട്ട് പോകട്ടെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ മുന്നോട്ട് പോകട്ടെ ഇതിന്റെ നടുവിൽ നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ ദൈവം തലമുറയോട് പറഞ്ഞ വാക്തത്വം മാറിയിട്ടില്ല ദൈവം ഒരു പ്രീ പ്ലാനിലൂടെ കൊണ്ടുപോകുക മരുഭൂമിയിൽ മൂന്ന് ദിവസം വെള്ളമില്ലാതെ വലഞ്ഞെന്ന് വിചാരിച്ചു ഒരെണ്ണം ചത്തുപോയിട്ടില്ലെന്നേ എന്തിയെ നിങ്ങൾ പോയോ മരുഭൂമിയിൽ ഷൂർ മരുഭൂമിയിൽ മൂന്ന് ദിവസം വെള്ളമില്ലാതെ വലഞ്ഞതുകൊണ്ട് വിളിച്ചിറക്കപ്പെട്ട ജനം ഒരെണ്ണം പോലും ദാഹിച്ചു മരിച്ചില്ല അങ്ങോട്ട് ചെന്നപ്പോൾ പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈത്തപ്പനകളും കണ്ടൊരു ജനമാ മൂന്ന് ദിവസം വെള്ളമില്ലാതെ വലഞ്ഞത് കുഞ്ഞെ അല്പം കഷ്ടം അല്പം ഭാരം പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ ഞൊടി നേരം കോടാനുകോടി വർഷങ്ങൾ ഐ മീൻ അപ്പനോട് ചേർന്നിട്ടുള്ളൊരു വാസം ഓർത്താൽ ഈ കൊറോണ ഒരു വിഷയമല്ല ഈ അപമാനം നിന്ന കഷ്ടത ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്ന് ആക്ഷേപിച്ച നമ്മൾ തള മറന്നുപോയി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടിയ നമ്മൾ ക്ഷീണിച്ചു പോയി ഇല്ല നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടതയും നിന്നയും ഉപദ്രവവും നമ്മൾ അനുഭവിച്ചിട്ടില്ല അവർ കർത്താവിനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു നമ്മൾ കേട്ടറിഞ്ഞ പോരാ ഇവർ അകത്ത് കയറി എന്റെ ഭാഷയെ പറയാം ദൈവത്തിന്റെ പ്രീ പ്ലാൻ എന്തോ അതിനു വേണ്ടി വില കൊടുക്കണം ഇന്ന് രാത്രി മീറ്റിംഗ് കഴിയും പറയണം കർത്താവേ നിന്റെ പ്ലാനിലേക്ക് ഞാൻ വരുന്നു എന്റെ പ്ലാനിലേക്ക് നീ വരണ്ട നിന്റെ പ്ലാനിലേക്ക് ഞാൻ വരുന്നു പൗലോസിന്റെ പ്ലാനിലേക്കല്ല കർത്താവ് വരുന്നത് പൗലോസിന്റെ പ്ലാൻ ആണെങ്കിൽ ഇങ്ങനെ ഐ മീൻ പത്രോസ് മൂവായിരം ഒറ്റ ഒരു അയ്യായിരം ജോസിന്റെ ഭാഷയിലാണ് ഒരു പതിനായിരം ഐ മീൻ നാല് പേര് മരിച്ചവർ ഉയർക്കണം ഫിലിപ്പിയ പട്ടണം മൊത്തം പിടിച്ചടക്കി അടുത്ത ആരാധനയ്ക്കകത്ത് പറയണം എന്റെ ചർച്ചിൽ ഇരുപതിനായിരം പേരുണ്ട് തീർന്നു ശുശ്രൂഷയാ ഇതല്ല ദൈവത്തിന്റെ പ്ലാൻ ഇതല്ല ദൈവത്തിന് വേണം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞൊരു കൂട്ടത്തെ വേണം ഈ പൗലോസിലുള്ള ദൈവത്തെ ഒന്ന് പ്രദർശിപ്പിക്കണം ഒരാമയും പറയാമോ ദൈവമക്കളെ നമുക്കെന്തിനാ പ്രതിസന്ധികൾ നമ്മളിലുള്ള ദൈവം അവരൊന്ന് അറിയട്ടെ ഈ കപ്പൽ തകർന്നത് വല്ലോ മെലീത്ത പട്ടണക്കാർ അറിഞ്ഞായിരുന്നു അവരൊന്നും അറിഞ്ഞില്ല അവർ നോക്കുമ്പോൾ ഒരു ഒരു ഇരുന്നൂറ്റി എഴുപത്തി ആറെണ്ണം കടലിൽ കൂടെ നീന്തി അക്കരെ കയറി ഇതിനകത്ത് പൗലോസ് ആരാ ഇതിനകത്ത് കപ്പൽ പ്രമാണി ആരാ കപ്പിത്താൻ ആരാ ഇതിന്റെ വാച്ച്മാൻ ആരാ ആർക്കും അറിയത്തില്ല എല്ലാം നീ വെള്ളത്തിൽ കൂടെ നീന്തി നനഞ്ഞ് ഒരു തുണി പോലും കയ്യിലില്ലാതെ കയറി ചെന്നേക്കുക ഇവര് വല്ലതും വിശ്വസിക്കുമെന്നേ ഇല്ല കർത്താവ് പറഞ്ഞു മോനെ എല്ലാവരും പറക്കും നീയും പറക്കും നമ്മൾ പറയും ചിലർ പറയും എനിക്ക് മാത്രം പോരാട്ടം എനിക്ക് മാത്രം പോരാട്ടം എന്റെ കുഞ്ഞ് അങ്ങനെ പറയാതെ ഐ മീൻ എന്റെ കയ്യിലാണ് വിടുതൽ എന്ന് പറ ചിലർ പറയും ഞാൻ തൊടുന്ന എല്ലാം പ്രശ്നം അല്ല നീ പ്രശ്നത്തിൽ തൊടാൻ ദൈവം അനുവദിച്ചതാ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ആ അണലി ഒന്ന് ചുറ്റിയില്ലായിരുന്നെങ്കിൽ അതിനെ തീയിലൊന്നും കുടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവര് കുലപാതകൻ എന്ന് പറഞ്ഞവനെ ദേവനെന്നൊന്നും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഇരുന്നൂറ്റി എഴുപത്തി ആറെണ്ണം പട്ടിണി കിടന്ന് മരിച്ചു പോകത്തില്ലേ ഉബ്ലിയോസിന്റെ അമ്മായപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കൂ ആ പട്ടണത്തിൽ യേശുവിനെ ഉയർത്താൻ പറ്റൂ പിന്നെ തിരിച്ച് കപ്പലിലോട്ട് പോണോ ഈ കപ്പൽ കിട്ടു കപ്പലിലേക്കുള്ള സാധനം കിട്ടു ഇവർക്ക് അവിടെ സദ്യ കിട്ടു ഇവർക്ക് അവിടെ താമസം കിട്ടു അന്നേരം ഇവരെ എങ്ങനെ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജാവ് എടാ പൗലോസെ പൗലോസിനുള്ള ദൈവത്വത്തെ മെലിത്ത പട്ടണം അറിയണമെങ്കിൽ ചില പ്രതിസന്ധി നേരിടണം ദൈവങ്ങളെ ദേശത്ത് ദൈവം നമ്മെ മാനിക്കും നീ രോഗിയായെങ്കിലെ സൗഖ്യമാക്കുന്നവൻ വെളിപ്പെടത്തുള്ളൂ ചില മേഖലകളിലൊക്കെ നമ്മൾ അറിഞ്ഞ ദൈവത്തെ ദേശം അറിയാൻ ചില പ്രതിസന്ധികൾ വരും പാരപ്പെടല്ലേ അത് നമ്മെ തകർക്കാനല്ല അത് നാലുപേർ യേശുവിനെ അറിയാനാ എന്തിനാ പ്രിയരെ ലാസറിന്റെ വീട്ടില് ഇങ്ങനെ പറയുന്നേ യേശു സ്നേഹിച്ച ശിഷ്യൻ അല്ല സഹോദരൻ ഐ മീൻ യേശു സ്നേഹിക്കുന്ന എന്തുകൊണ്ട് പോന്നില്ല പോകത്തില്ല അറിഞ്ഞിട്ടും പോയില്ല മരിച്ചിട്ടും പോയില്ല എന്താ കാര്യം നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് കല്ലറക്കെ ചെന്നപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കുറച്ച് യഹൂദന്മാർ അവിടെ ഉണ്ടെന്നേ യേശു നിരന്തരം ഒക്കെ പോയിട്ട് ഇവനെ ഒറ്റ ഒരെണ്ണത്തിനെ കിട്ടിയില്ല അടുത്ത ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ അനേകം യഹൂദന്മാർ ഇത് കണ്ട് യേശുവിൽ വിശ്വസിച്ചു യഹൂദന്മാര് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ചിലരെ നേടാൻ വാർത്തയെ മറിയെ നീ നാല് ദിവസം ഭാരപ്പെട്ടാൽ സ്തോത്രം പറഞ്ഞു യഹൂദന്മാർ ഒരു കൂട്ടത്തിനെ നിന്റെ കുടുംബത്തിലൂടെ നേടാൻ പറ്റിയില്ലേ നീ ഒരു വാമിയും പറ ഒരുപക്ഷെ നാല് ദിവസം നീ അപമാനിക്കപ്പെട്ടു ദൂഷിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു ചോദിച്ചു എന്നും വരുന്ന യേശു എന്തിയെ എന്നും വരുന്ന യേശു എന്തിയെ യേശു വരുമ്പോ പാല് മേടിക്കാൻ പോന്ന ലാസർ എന്തിയെ അവൻ മരിച്ചിട്ട് വന്നു സ്നേഹമുണ്ടോ നിന്റെ യേശുവിന് നാറ്റം വെച്ചില്ലേ ചോദിച്ച ചോദ്യങ്ങളുടെ നടുവിൽ നാല് ദിവസം പതറിപ്പോയി കാണും നിരാശപ്പെട്ടു പോയി കാണും പക്ഷേ ഇപ്പോൾ ഈ കല്ലറയ്ക്കൽ നിന്ന് ഒരു കൂട്ടം യേശുവിനെ അറിയുന്നു പന്തിക്കിരിക്കുമ്പോൾ ഒരു കൂട്ടം യേശുവിനെ അറിയുന്നു ഇന്ന് രാത്രി പറ യേശുവിനെ അറിയാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ആമീൻ കർത്താവേ അതിലൂടെ യേശു വെളിപ്പെടട്ട ദേശത്തില് ജീസസ് നമ്മൾ വരയ്ക്കുന്ന പ്ലാനിലാണോ ഞാനും നിങ്ങളും ചിന്തിച്ചത് ലാസർ ദീനമായി കിടക്കുന്നെന്ന് പറഞ്ഞ യേശു പറന്നു ചെല്ലും ചെല്ലത്തില്ല അതാണ് എന്റെ ചിന്ത നിങ്ങളുടെ ചിന്ത മാർത്തയുടെ ചിന്ത മറിയുടെ ചിന്ത ബദാന്യ നാട്ടുകാരുടെ ചിന്ത പക്ഷെ യേശുവിന്റെ പ്രീ പ്ലാൻ നാറ്റം വെക്കട്ടെ വിശ്വസിക്കാത്ത ചിലതുണ്ട് ഞാൻ വിശ്വസിപ്പിക്കാം ഇത് ശ്രദ്ധിച്ചു കേട്ടെ ഈ ഈ മക്കതോന്യ ദർശനം കണ്ട് ഈ പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിലെത്തിയപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണിയായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഒന്ന് കണ്ടുമുട്ടാൻ ഒരവസരവുമില്ല നേരെ പ്രാർത്ഥനയും ആരാധനയും തുടങ്ങി തടവുകാരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനയ്ക്കും ഞാൻ എപ്പോഴും ഭാഗം ഇന്ന് രാവിലെ അത് തന്നെ ചിന്തിച്ചത് ഈ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതയോ മനസ്സിന്റെ മുറിവോ ശരീരത്തിന്റെ മുറിവോ കയ്യിലെ ചങ്ങലയോ ഒന്നും തടസ്സമല്ല ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് മെസ്സേജ് മൊത്തം തിരിഞ്ഞു വരുമോ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുക പ്രതിസന്ധി പ്രാർത്ഥിക്കാമോ നീയും വിടുതലാകും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും വിടുതലാകും ആ ദേശവും സഭയും വിടുതലാകും പ്രതിസന്ധി കരയാമോ സമൃദ്ധിയിൽ എഴുന്നേറ്റ് സഭയിൽ ഒരു സാക്ഷ്യം പറയും ഞാൻ കർത്താവ് എനിക്കൊരു ജോലി തന്നു കാർ തന്നു ആരും വിടുതലാകത്തില്ല അതിനകത്ത് ഒന്ന് രണ്ടു പേർക്ക് ചിലപ്പോൾ അസൂയ ഉണ്ടാവത്തുള്ളൂ പക്ഷെ പ്രതിസന്ധി നീ ഒരു സ്തോത്രം പറയാമോ പ്രതിസന്ധി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ പറയാം നിന്റെ പ്രാർത്ഥനയിൽ നീയും വിടുതലാകും ചുറ്റിലുള്ള ആയിരങ്ങൾ വിടുതലാകും ഐ മീൻ കർത്താവ് എന്തിനെ ഫിലിപ്പിയിലോട്ട് അയച്ചേ ഫിലിപ്പിയിലോട്ട് അയച്ചേ എന്തിനാണെന്നറിയാമോ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാവണം സഭ ഉണ്ടാകണേ ലുതിയ മാത്രം പോരാ ഒരു സഹോദരി വെച്ചോണ്ട് എന്തിനാ അവള് ബിസിനസ്സുകാരി ഈ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി പൈസ കൊടുത്തുന്നവരും അവര് വേണം സഭയിൽ അവര് വേണം കണ്ട ചില മീനുണ്ടല്ലോ യേശു പറയും പത്ത് ദിവസം അതിനെ പിടിച്ചോ പണം എടുത്തോ മീനെ അങ്ങ് വിട്ടോ ചില മീനെ പിടിച്ചിട്ട് പറയും അത് കനലിൽ വെച്ച് ചുട്ടു തിന്നു ചിലതിനെ ചുട്ടു തിന്നാനുള്ളതാ ചിലതിന്റെ പണം എടുക്കാനുള്ളത് മനസ്സിലായ ദൈവാസന്മാർക്ക് സ്തോത്രം പാസന്മാർക്ക് കാര്യം മനസ്സിലായേക്കാണ് ചിലര് ചിലർ പണമായിട്ട് വന്നോട്ടെ അവരങ്ങ് പൊക്കോട്ടെ ആമീൻ ചിലർ വന്നോട്ടെ അവരൊന്ന് കനലിൽ കയറി ഒന്ന് വെന്തോട്ടെ അല്ലോ മനസ്സിലാകുന്നുണ്ട് ആമീൻ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സഭ തുടങ്ങാനുള്ള പ്ലാനാ ദൈവത്തിന്റെ പ്ലാൻ അറിഞ്ഞ ഇന്ന് രാത്രി നിരാശ മാറും സ്തോത്രം പറയും ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിയണം ദൂത് മാറിയിട്ടില്ല ദർശനം മാറിയിട്ടില്ല ആലോചന മാറിയിട്ടില്ല സംശയം വേണ്ട ഐ മീൻ ഇന്ന് ഞാൻ നിങ്ങളെ നോക്കിയ ദൂത് പറയുന്നത് ദൂത് മാറിയിട്ടില്ല ആമീൻ പ്രവചനം മാറിയിട്ടില്ല വാക്തത്വം മാറിയിട്ടില്ല ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിഞ്ഞാൽ മതി അകത്ത് കയറി പാടി സ്തുതിച്ച് ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഉടനെ ചങ്ങലകൾ അഴിഞ്ഞു അടിസ്ഥാനം ഇളകി കുറേ നേരമായിട്ട് ഈ എവര് വന്നപ്പം തൊട്ട് ഈ സഹതടവുകാർ ഇവരെ നോക്കുന്നുണ്ട് ഞാൻ യഥാർത്ഥ തെറ്റ് ചെയ്തവരാണ് ആ ഒന്നീ കൊലപാതകം മോഷണം എന്തെങ്കിലുമൊക്കെ ചെയ്തവരാ അവരെല്ലാം ഓരോരുത്തരും ഓരോരുത്തരും വരുമ്പോൾ അവരുടെ കഥ പറയും അവരുടെ കഥകൾ പറയുമ്പോൾ ഇവിടെ ഒരു കഥയില്ല ഇവിടെ ഉള്ളത് പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ അപ്പോഴേ ഇവർക്ക് ശ്രദ്ധിച്ചു സംതിങ് സ്പെഷ്യൽ നമ്മെ കാണുമ്പോൾ ചിലർ ശ്രദ്ധിക്കണം ഐ മീൻ ജോലി നഷ്ടപ്പെടുമ്പോൾ സ്വോത്രം പറയുന്നവരെ നാട്ടുകാർ ശ്രദ്ധിക്കുമെന്നേ ഐ മീൻ ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ടെർമിനേറ്റ് ചെയ്യാനുള്ള ലിസ്റ്റിൽ ഇടുമ്പോൾ അല്ലേലിയോ പറയുമ്പോൾ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കും ഇതിപ്പോ അങ്ങനല്ല ഐ മീൻ നമ്മുടെ പേര് വന്നില്ലെങ്കിലും നമ്മൾ ആകെ പേര് വന്നു നമ്മൾ വിളിക്കും ആരാധനയ്ക്ക് വരണേ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം ആരാണ്ട് പറഞ്ഞ് പേര് ലിസ്റ്റ് ഇട്ട് തോമസ് എന്നാ തോമസ് അല്ല അത് ജോൺ ആയിരുന്നു അപ്പോഴത്തേന് ഇനി ഞാനെന്തോ ചെയ്യും പിള്ളേരുടെ കാര്യം അങ്ങനെ ലോണിന്റെ കാര്യം അങ്ങനെ കെട്ടിക്കുന്നതിനാ വീടിന് അപ്പോഴത്തേന് പിന്നെ എങ്ങനെ ഇവര് യേശുവിനെ നല്ല മനസ്സിലാകും നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേ നമ്മൾ ആകെ തീർന്നു പക്ഷേ നമ്മൾ പറയുന്ന സാക്ഷ്യം ഭയങ്കരമാണ് ഇവിടെ എവർ ശ്രദ്ധിച്ചു എവർ സംതിങ് സ്പെഷ്യൽ ഇവർ ഒരു പരാതിയില്ല കഥയില്ല ഒള്ളി സ്തോത്രവും സ്തുതി മാത്രം അടിസ്ഥാനത്തെ കാരണം ഇവരെ പിടിച്ച് അകത്തിട്ടാൻ സൂക്ഷി കാവൽ നിർത്താൻ ഏൽപ്പിച്ചു വിട്ട അധികാരമുള്ള കാരാഗ്രഹ പ്രമണി ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്നേറ്റവും ഏറ്റവും അധികം ചിന്തിച്ചു ഈ ദൂത് നിങ്ങൾ ഏറ്റവും തന്നെ പ്രാർത്ഥിക്കാമോ ആരാധിക്കാമോ നമ്മൾ ചിന്തിക്കാത്ത മേഖല വിടുതൽ നടക്കും ഇവർ ഓടി ഇങ്ങോട്ട് ഒരു കാരാഗ്രഹപ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തിയാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെ സിലാസിന്റെ മുന്നിൽ വീണു അടുത്ത യജമാനന്മാരെ അല്ല മനസ്സിലായി അധികാരമുള്ളവൻ പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ വീഴും ആമീൻ പറ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണെന്നറിയാമോ ആമീൻ അധികാരമുള്ളവനെ തേടി പോവുക അല്ല അല്ല കാലഘട്ടം മാറട്ടെ ഇന്ന് നമുക്ക് ആമീൻ ഇന്നെങ്ങാണം പത്രോസം കാണും കാരാഗ്രഹത്തിലായിപ്പോയെങ്കിൽ ആമീൻ സഭയുടെ ഫണ്ട് മൊത്തം തീർന്നു തരും ആകെ കിടക്കുന്ന എല്ലാ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും തീർക്കും ഇതിനെന്നറിയാമോ ഐ മീൻ ആൾക്കാരെ പിടിക്കണമല്ലോ രാജാവിനെ പിടിച്ച് വക്കീലിനെ പിടിച്ച് കേസ് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് പത്രോസിനെ ഇറക്കണമല്ലോ എന്നിട്ട് പറയും നമുക്കിപ്പം ജഡ്ജിയുണ്ട് നമുക്ക് മന്ത്രിയായിട്ട് ബന്ധമുണ്ട് കേന്ദ്രമായിട്ട് ബന്ധമുണ്ട് ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാം ഓടുക പക്ഷെ അന്ന് എന്തുവായാലും പൈസയില്ല പിടുത്തവും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് സഹോദരിമാരെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മളെല്ലാം കൂടെ ഒരു നേരം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഇന്ന് പത്ത് സഹോദരിമാർ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതി കയറി ഇറങ്ങത്തില്ലായിരുന്നു നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ സ്വോത്രം പറയാം ഐ മീൻ അന്നൊന്നും പ്രാർത്ഥിക്കുന്നവരെ ഉള്ളായിരുന്നു നമുക്കൊന്നും പിടുത്തമില്ലായിരുന്നു അന്ന് ബന്ധക്കോസുകാർക്ക് പിടുത്തമില്ല അല്ല മനസ്സിലായി പിടുത്തമില്ല നമുക്ക് വക്കീലില്ല നമുക്ക് മന്ത്രിമാരില്ല നമുക്ക് ഉന്നതങ്ങളിൽ പിടുത്തമില്ല നമുക്ക് അത്യുന്നതനെ പിടുത്തം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അത്യുന്നതന്റെ പിടുത്തം മാറി മന്ത്രിയുടെ പി എ പിടുത്തമായി നമുക്ക് എം എൽ എ പിടുത്തമായി നമ്മുടെ കൺവെൻഷൻ എം എൽ എ വരും മന്ത്രി വരും കേന്ദ്രമന്ത്രി വരും നമ്മൾ നമ്മുടെ ആളായി മാറി അതുകൊണ്ട് എന്താ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഏത് വിഷയം വന്നാലും ഫോൺ എടുത്താൽ മതി ഏത് വിഷയത്തിൽ അന്ന് എന്തായാലും പിടുത്തം ഇല്ലാത്തതുകൊണ്ട് അവർ കയറി പ്രാർത്ഥിച്ചു വിടുതല ഞാൻ പറഞ്ഞു മനസ്സിലായി ഇവിടെ അധികാരമുള്ളവൻ വന്ന് മുന്നിൽ കമിഴ്ന്ന് വീണ് കിടക്കുക പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി ആരാധനയുടെ ബലം മനസ്സിലായി വീണ് കിടന്നിട്ട് ചോദിക്കുക വെളിച്ചമുണ്ടോ ഞാൻ രക്ഷപ്പെടുന്നത് എങ്ങനെ ഒറ്റ ചോദ്യം ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോഴും ഒരു സഭ തുടങ്ങണം അടുത്തത് സ്നാനവും നടന്ന് മുറിവും കെട്ടി കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും കിട്ടി അത് കഴിഞ്ഞപ്പോഴോ ഞാൻ പറയാം എഴുതിയിട്ടില്ല ബാക്കിയൊന്നുമില്ല അടുത്ത സഭ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് ഇവരെയാണ് സഭയ്ക്ക് വേണ്ടത് അവരാരെന്നറിയാമോ തല്ലു അടി അടിയുണ്ടാക്കുന്നവർ കള്ളന്മാർ പിടിച്ചു വരിപ്പാൻ മോഷ്ടാക്കൾ വ്യവിചാരികൾ ഇതെല്ലാം ഈ തടവര കിടന്നവരാ യമാരെല്ലാം ചങ്ങല കഴിഞ്ഞപ്പോൾ ഓടിപ്പോത്തില്ല കാര്യം ഇവർ പത്രോസ് പൗലോസിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സഭ തുടങ്ങിയപ്പോൾ അധികാരിയായ വേണം അധികാരിയായ കാരാഗ്രഹ പ്രമാണി രണ്ട് ബിസിനസ്സുകാരിയായി ചില്ലറ മുടക്കുന്ന ലുതിയ പിന്നെ ഇവര് രണ്ടു പേരും പായിടത്തുമില്ല ഹോള് തൂത്തുവാരത്തുമില്ല ഡ്രം അടിക്കത്തുമില്ല അതിന് അവിടെ കടന്ന് കുറച്ച് ചങ്ങല അഴിഞ്ഞ ചെറുപ്പക്കാരും അല്ലോ മനസ്സിലായി അന്നേരം സഭയെന്ന് പറഞ്ഞ ഇവരെല്ലാം വേണം ഓട്ടോറിക്ഷക്കാരും വേണം ക്ലീനിങ്ങുകാരും വേണം ഡോക്ടർമാരും വേണം എഞ്ചിനീയർമാരും വേണം പൈലറ്റും വേണം എല്ലാം വേണം ഒരു മൊത്തം അങ്ങ് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന എന്തോ ഒരു ഒരു മുഖം പാടിയാണ് ഉറക്കം വരുന്നുണ്ട് ഐ മീൻ സഭയെന്ന് പറയുമ്പോൾ എല്ലാവരും വേണം അന്നേരം ശ്രദ്ധിക്കണേ ഇപ്പോഴ് ഒരു ലുതിയെ കൊണ്ട് തുടങ്ങിയ സഭ ഇപ്പം എത്ര പേര് സഭയ്ക്കകത്ത് കയറി ഇപ്പൊ ഒരു ചർച്ച എന്നവിടെ ഒരു ചർച്ച അന്നേരം ഞാൻ ചോദിക്കട്ടെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഇത്രയും പേരുടെ ചങ്ങല അഴിച്ച് ഈ കാരാഗ്രഹ പ്രമാണി സ്നാനപ്പെടുത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുവൻ അടി കൊണ്ടല്ല പറ്റൂ ഒരുവൻ അടി കൊണ്ടല്ല പറ്റൂ ഒരുവൻ കാരാഗ്രഹത്തിൽ പോയല്ല പറ്റൂ അപ്പോൾ ദർശനം മാറിയതാണോ ദൂത് മാറിയതാണോ കണ്ട വെളിപ്പാടിന്റെ കുഴപ്പമാണോ അല്ല ഇന്ന് രാത്രി ഞാൻ ആരോടൊരു ദൂത് പറഞ്ഞ അവസാനിപ്പിക്കാം ഐ ഒറ്റ ദൂത് ദൂത് മാറിയിട്ടില്ല ജോലി നഷ്ടപ്പെട്ടാലും ഐ പ്രതിസന്ധി വന്നാലും രോഗം വന്നാലും ദൂത് മാറിയിട്ടില്ല ദൈവം ഒരു വഴിയിലൂടെ പ്രീ പ്ലാൻ നമ്മളൊരു വീട് വെക്കുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ അങ്ങോട്ട് ഇടത്തോട്ടൊരു റൂം വലത്തോട്ടൊരു റൂം അവിടെ ഒരു ഇന്ന് അങ്ങനല്ല ഇന്ന് ഒരു സ്കെച്ച് വരച്ച് പ്ലാൻ വരച്ച് അതിന് പെയിന്റ് വരെ അടിച്ച് വീടാക്കി കാണിച്ചിട്ടാ പണി ഞാൻ കൊടുക്കുന്നത് ദൈവം എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രീ പ്ലാൻ എത്ര പേർക്ക് കാമ്യം പറയാൻ പറ്റും ആമീൻ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു വെൽ പ്ലാൻ ദൈവത്തിനുണ്ട് ഒരു പ്രീ പ്ലാൻ ദൈവത്തിനുണ്ട് പക്ഷെ നമ്മൾ വരയ്ക്കുന്ന വരെ കൂടല്ല കാര്യം പോകുന്നത് ദൈവത്തിന്റെ പ്ലാനിലൂടെയാണ് അങ്ങനെ പ്രതിസന്ധിയിൽ സ്തോത്രം പറഞ്ഞ പ്രതിസന്ധിയിൽ സന്തോഷിച്ച ആമീൻ പ്രതികൂലത്തിൽ ആരാധിച്ച പ്രതികൂലത്തിൽ പ്രാർത്ഥിച്ച അവിടെ തുടങ്ങിയ ഫിലിപ്പിയസ് സഭയിൽ ഇവർ കൂടെ കൂടെ കൂടെ കൂടെ നിരാശപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു കർത്താവിലെപ്പോഴും സന്തോഷിക്കണം കർത്താവിലെപ്പോഴും സന്തോഷിക്കണം കർത്താവിലെപ്പോഴും സന്തോഷിക്കണം എന്ന് ഞാൻ പിന്നെയും പറയുന്നു കാര്യം ഞാൻ കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയിൽ കിടന്നപ്പോഴും ആരാധിച്ചവനാ പറയുന്നത് ദൈവമക്കളെ ജീവിതം ഉണ്ടെന്ന് ഒന്ന് പറയാമോ അവിടെ ഒരു വിടുതൽ നടക്കും ജീവിതത്തോടെ പറയാമോ വിടുതൽ നടക്കും ഈവൻ കാരാഗ്രഹത്തിൽ കൈയടിച്ചവനാ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചവനാ ഇപ്പോൾ വീണ്ടും കാരാഗ്രഹത്തിലാണ് സുവിശേഷ നിമിത്ത കാരാഗ്രഹത്തിലെത്തി സഭയോട് പറയാ സന്തോഷിക്കണം ഒറ്റ ദൂതേ അവരോട് പറയാനുള്ളൂ കർത്താവ് വരാൻ അടുത്തിരിക്കുക പിശാജിന്റെ തന്ത്രം നിങ്ങളെ നിരാശപ്പെടുത്തുന്നുള്ള ജോലി കളയുന്ന പണിയല്ല കാറ് കേടാക്കുന്ന പണിയല്ല ആക്സിഡന്റ് വരുത്തുന്ന പണിയല്ല ഇന്ന് ഞാൻ പറയാം ഏറ്റവും അധികം പിശാജിന്റെ പദ്ധതി നിരാശപ്പെടുത്തുകയാണ് നമുക്കെപ്പോഴും ഈ വെളിപ്പാട് പുസ്തകവും ദാനിയലിന്റെ പുസ്തകവും ഒക്കെ ഇഷ്ടം അതുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല ഈ നിരാശ മാറണം നമ്മൾ ഈ മത്തായ സുവിശേഷം ഒന്ന് നോക്കിയേ ആറാം അധ്യായം ഒന്ന് ഓടിച്ചു വായിക്കാം ഐ മീൻ അതിന്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളെ ഞാൻ പറഞ്ഞു വിടട്ടെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ച് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ ആമീൻ വയലിലെ താമര നോക്കി ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്ത് എന്ത് കൊടുക്കും എന്ത് കുടിക്കും ഇങ്ങനെല്ലാം പറഞ്ഞു ഇതൊക്കെ നമുക്ക് സഭായത്തിനെ കാണാൻ പ്രസംഗിച്ചാൽ പറയും പാസ്റ്റർക്ക് വലിയ ഇല്ല പഴയ മെസ്സേജ് എന്നാന്ന് പറയും പക്ഷെ നമ്മൾ അറിയാത്തൊരു വാക്യം ഇവിടെ കിടപ്പുണ്ട് ആമീൻ താഴോട്ട് താഴോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ പത്തായ സുവിശേഷം ആറാം അദ്ദേഹത്തിന് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തോണേ ആമീൻ ആറാം അധ്യായത്തിന്റെ താഴോട്ട് വരുമ്പം അവിടെ ഒരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട് ആമീൻ ഇങ്ങനെ വാക്യത്തിൽ എത്തുമ്പോൾ ആമേ ഒന്ന് ആകയാൽ നാം എന്ത് തിന്നു എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് അടുത്ത വാക്യം ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു അന്നേരം ഈ വകയൊക്കെ ആരന്വേഷിക്കുന്നു ഞാൻ കേട്ടില്ലല്ലോ നിങ്ങളൊന്ന് പറഞ്ഞ് ആരാ അന്വേഷിക്കുന്നത് നിരാശപ്പെടുന്ന ആരാ ജാതികൾ ജാതികൾ ജാതികൾ വിചാരപ്പെടുന്ന ജാതികൾ എന്നാലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല ഞാൻ ജാതിയനാണോ അതോ അപ്പന്റെ മോനാണോ മോളാണോ തൊട്ടപ്പുറത്തൊരു വാക്ക് നിങ്ങൾ കണ്ടോ സ്വർഗത്ത് എനിക്കൊരു അപ്പനുണ്ട് നിങ്ങൾക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് ഈ കൊച്ചു വെളിപ്പാട് പിടിച്ച ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും ഈ കൊച്ചു വെളിപ്പാട് പിടി നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ഞങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക തോന്നുന്നു അല്ല Moncy pastor sorry Sunday school അല്ല ഈ കൊച്ചു വെളിപ്പാട് പിടി ബാക്കി ദാനിയലിന്റെ പുസ്തകം വെളിപ്പാട് പുസ്തകം വിട് എനിക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് പറ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാം പറ ഞാൻ ജാതിയല്ല വിചാരപ്പെടുന്നത് ജാതികളാണെന്ന് യേശു പറഞ്ഞ വാക്യ ജോസ് പറഞ്ഞ വാക്യല്ല എന്നിട്ട് യേശു അടുത്ത വാക്യം എനിക്ക് ഏറ്റവും ഐ മീൻ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കര ഉയർത്തി പറ എനിക്ക് അപ്പനുണ്ടെന്ന് പറ സ്വർഗത്തിൽ ഞാൻ ചോദിക്കട്ടെ മനസ്സിലാവുന്ന ഭാഷ പറയാം ഇപ്പൊ ഇതിനകത്ത് പൊടി കുഞ്ഞുങ്ങളുള്ളവർ കാണും വീഡിയോയ്ക്ക് അകത്തായിരിക്കും അവര് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞുമായിട്ട് സവായത്തിന് പോവുക കുഞ്ഞ് വണ്ടിയിലോട്ട് കയറി ഉടനെ അമ്മയോട് ചോദിച്ചു അമ്മേ പാൽക്കുപ്പി എടുത്തോ പാമ്പർ എടുത്തോ പിന്നെ അപ്പനോട് ചോദിക്കുക പെട്രോൾ ഉണ്ടോ ഇതിനകത്ത് പേഴ്സ് എടുത്തിട്ടുണ്ടോ സ്വത്രാഴ്ചയ്ക്ക് ഈ കൊച്ചു ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല അമ്മ പാമ്പറും എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ പാൽക്കുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളവും വേറെ എടുത്തിട്ടുണ്ട് പൊടിയും വേറെ എടുത്തിട്ടുണ്ട് അപ്പൻ പെട്രോൾ അടിച്ചിട്ടുണ്ട് എല്ലാം ഒരുക്കി വലിയൊരു ബാഗ് എടുത്തുകൊണ്ട് ആ കൊച്ചിനെ കൊണ്ട് കയറി കാരണം കൊച്ചിന് ഇതൊരു ടെൻഷനേ അല്ല കാരണം കൊച്ചു പോകുന്ന അതിൻ്റെ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെയാണ് നമുക്ക് വിട്ടുപോയ വെളിപ്പാട് ഇതാണ് നമ്മൾ തലയും കുത്തി മറിയ യേശു പറഞ്ഞ് കുത്തി മറിഞ്ഞാലും നീളം കൂടത്തുമില്ല കുറയത്തുമില്ല ഇനി രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് വിചാരിച്ച് വിഷയത്തിന് വിടുതലാകത്തുമില്ല ഇന്ന് രാത്രിയും പറയാം ഇനി രാത്രി മൊത്തം ഞാൻ ഉറങ്ങാതിരിക്കുക ഇനി നാല് ദിവസം ഭക്ഷണം കഴിച്ചില്ലേലും വിഷയത്തിന് വിടുതൽ നടക്കത്തില്ല കർത്താവ് നിശ്ചയിച്ചെങ്കിലേ നടക്കത്തുള്ളൂ അതിനേക്കാൾ നല്ലത് ഭക്ഷണവും കഴിച്ചുകൊണ്ട് രണ്ട് കയ്യും അടിച്ചാണ്ട് സ്വോത്രം പറഞ്ഞാൽ ഐ മീൻ ഒന്നുമില്ലെങ്കിൽ ഷുഗറും ബി പിയും വരത്തില്ലല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബന്ധക്കോസ രോഗികളായി തീർന്ന മൊത്തവും ഐ മീൻ മധുരം കഴിച്ചുകൊണ്ടൊന്നുമല്ല യാകുലപ്പെടുക നിരാശപ്പെടുക നമ്മൾ ഡോക്ടറെ കണ്ടു നോക്ക് ഡോക്ടർ ചോദിക്കും വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ആർക്കും ഇല്ല ഓക്കെ അടുത്ത് ചോദിക്കുന്നത് ടെൻഷൻ ഉണ്ടോ എന്ന് ആണോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയവർ ആരെങ്കിലും ഉണ്ടോ ബി പി കൂടി നിൽക്കുന്നു ഷുഗർ ക്രമാതീതമായി വർദ്ധിക്കുന്നു അടുത്ത ഡോക്ടർ ചോദിക്കുക കുടുംബ വല്ല ഉണ്ടോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഡോക്ടർക്ക് അറിയാം ഇത് ടെൻഷനാ ഇത് ടെൻഷനാ നമ്മുടെ സകല രോഗങ്ങൾക്ക് ഞാൻ പറയാം ഇന്ന് രാത്രി എനിക്കൊരു അപ്പൻ ഉണ്ടെന്നൊന്ന് പറഞ്ഞിട്ടേ ഒന്ന് പോയി കിടന്നൊന്ന് ഉറങ്ങി നോക്കിയേ നാളെ രാവിലെ ഷുഗർ നോർമൽ ആയിരിക്കും ബി പി നോർമൽ ആയിരിക്കും കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും കൂടെ കൂടെ വരുന്ന മൈഗ്രെയിൻ അങ്ങ് മാറും പിന്നെ ഈ അസ്ഥി വേദന ജോയിൻസ് വേദന ഇതെല്ലാം മാറി ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവേ ഉള്ളൂ ഈ നിരാശ ഇത് പിശാചിന്റെ ഒരു തന്ത്രം നമ്മളെ അങ്ങ് രോഗിയാക്കുക നിരാശയാക്കുക ഉറക്കം കെടുത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇന്ന് രാത്രി മൊത്തം ഒരു വിഷയത്തിന് വേണ്ടി ഉറങ്ങാതിരുന്ന് അങ്ങ് ചിന്തിക്കും നേരം വെളുക്കുമ്പോൾ ഈ വിഷയത്തിന് വിടുതലായോ ഇല്ല നമ്മൾ രണ്ടു വട്ടം വാ തുറന്ന് പറ പിശാചിന് പറ നീ പറ നിനക്ക് ആള് മാറിപ്പോയെന്ന് പറ നിനക്ക് അഡ്രസ്സ് മറ്റിപ്പോയെന്ന് പറ എനിക്കൊരു അപ്പനുണ്ടെന്ന് പറ സ്വർഗത്തില് എനിക്കൊരു അപ്പനുണ്ട് എന്റെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പൻ ഞാൻ ജാതിയനല്ല ഞാൻ വിചാരപ്പെടുന്നവനല്ല ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ സമയം തീർന്നു എനിക്കറിയാം എന്നാലും ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ അതേ മത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ അപ്പൻ ആരാണ് ഫസ്റ്റ് ടൈം എത്ര മണി വരെയാ നമുക്ക് പതിനൊന്ന് മണി വരെയാണ് ഇവിടെ പോ പതിനൊന്ന് പതിനൊന്ന് And you, ഓക്കെ ഓക്കെ ശ്രദ്ധിക്കണം ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം ഇതുകൂടെ പറഞ്ഞു നിർത്താം നിങ്ങളെ ഉറങ്ങാതിരിക്കല്ലേ എനിക്ക് ഇവിടെ ഒമ്പതര ആയതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് അവിടെ പതിനൊന്നായി ഐ മീൻ ഞാൻ നിർത്താം ഇത് ശ്രദ്ധിച്ച് നമ്മൾ ഇന്ന് രാത്രി ഐ മീൻ മെസ്സേജിനുള്ള വിഷയം നമ്മൾ ഇന്ന് രാത്രി സുഖമായിട്ടൊന്ന് ഉറങ്ങണം രാവിലെ ഒരു വിടുതൽ നടക്കും ഉറപ്പാ ഐ മീൻ ഇത്രയും പറഞ്ഞാൽ മതി വാ തുറന്നങ്ങ് പറഞ്ഞോണം നമ്മുടെ അപ്പൻ എനിക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ നടക്കുന്നത് അപ്പൻ എന്നെ കൈവിടത്തില്ല ഉറപ്പാ ഉറപ്പാ ഈ അപ്പൻ ആരാന്ന് പറഞ്ഞാലേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ട് ഇങ്ങനെ വായിക്കുന്നത് എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നും അവരെ അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു കേട്ടോ ഒറ്റ മനുഷ്യനും എവരെ കുറിച്ച് ഒരു മനസ്സലിവില്ല ഒരു ഒഴിവാക്കാം ഒഴിവാക്കാം വേഗത്തിൽ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയി കഞ്ഞിയോ പയറോ എന്തെങ്കിലും വെച്ച് പെട്ടെന്ന് കഴിച്ചോട്ടെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ യേശു പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ല ഇവര് എന്റെ കൂടെ മൂന്ന് നാൾ എടാ മൂന്ന് നാളായിരിക്കുന്നവരോട് ഇത്രയും മനസ്സിലാവും മനസ്സലും ഉണ്ടായി മുപ്പത് വർഷമായിട്ടിരിക്കുന്ന നമ്മളോടൊരു മനസ്സിലും ഇല്ലേ നിങ്ങൾ എന്തിനാ ഈ നിരാശപ്പെട്ടിരിക്കുന്നത് എടാ മൂന്ന് ദിവസം യേശുവിന്റെ കൂടെ ഇരുന്നവരോട് യേശുവിന് ഇത്രയും മനസ്സലും ഉണ്ടെങ്കിൽ മൂന്ന് വർഷമായ നമ്മോട് മുപ്പത് വർഷമായി നമ്മോടും യേശുവിനെന്തോ മനസ്സിലും ഇല്ലയോ നമ്മുടെ ദൈവം എന്തോ സാഡിസ്റ്റാണോ യേശു പറയാ ഈ ജനം മൂന്ന് നാളായി എന്നോടുകൂടെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു ഞാൻ ഒരു കാര്യം പറയാം ആർക്ക് മനസ്സലിവ് തോന്നില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു മനസ്സലിവ് ഉണ്ട് ഒരു നല്ല രാമി പറഞ്ഞു നമ്മുടെ അപ്പന്റെ ഒരു പ്രത്യേകത അവൻ മനസ്സലിവുള്ള ദൈവമാണ് അടുത്തത് നിർബന്ധം കണ്ടോ അപ്പന്റെ ഈ അപ്പനെ കണ്ടിട്ടാണോ നിങ്ങൾ രാത്രി ഉറങ്ങാതെ കിടക്കുന്നത് നാളെ കുറിച്ച് ഭാരപ്പെടുന്നത് ഇങ്ങനെ ഒരു അപ്പനുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അപ്പന്മാരല്ലേ നിങ്ങൾ കൊച്ചുങ്ങൾ പോലും അറിയാതെ എവിടെല്ലാം ഫ്ലാറ്റ് മേടിച്ച് ഏതെല്ലാം ബാങ്കിൽ അക്കൗണ്ടിലിട്ട് അതുകൊണ്ട് തിരുവല്ലയിലാണെങ്കിൽ എത്രയോ കോടികൾ ആളില്ലാ കിടക്കുന്ന ബാങ്കിൽ ഓരോ അപ്പന്മാരെ കൊണ്ട് മക്കൾക്ക് വേണ്ടി ഇട്ടത് എന്നിട്ട് അടുത്ത അവകാശി വെച്ചില്ല അതാണ് പ്രശ്നം അല്ല മനസ്സിലായി എത്രയോ അപ്പന്മാർ നിൽക്കുക ഞാൻ ചോദിക്കട്ടെ ഇപ്പം കുഞ്ഞ് ജനിച്ച ഉടനെ എൽ ഐ കാരൻ വന്നു കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേന് ഇത്ര കിട്ടും കെട്ടിച്ചു വിടാം പഠിക്കാൻ കുഞ്ഞറിഞ്ഞോ ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ മോളെ നിനക്കൊരു എൽ ഐ സി എടുക്കാൻ പോവാ പതിനെട്ടാമം കിട്ട് ഏതപ്പനാ പറഞ്ഞ് കൊച്ചറിഞ്ഞിട്ടേ ഇല്ല എൽ ഐ സി എടുത്ത് പിന്നെ മാസം മാസം മോക്കട പേര് ഇച്ചിരി ഇട്ടു ആമേൻ ഹയർ സെക്കൻഡ് മോളോട് പറഞ്ഞു മാസം മാസം മോക്കട പേര് ആയിരം ഇടുന്നത് നിങ്ങൾ പറഞ്ഞു ഇല്ല പത്ത് മേടിച്ചപ്പം പറഞ്ഞു മോളെ എന്റെ മരണശേഷം മോക്ക എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇതെല്ലാം അറിയാം ഇതെല്ലാം കൊച്ചിനാ അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ എല്ലാവരും പോയോ ഇതെല്ലാം അവർക്ക് ഇത് കൊച്ചുങ്ങളോട് പറഞ്ഞിട്ടൊന്നും അല്ല അപ്പന്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ രണ്ട് പെൻസിൽ എടുത്ത് കൈ കൊടുക്കും എന്നിട്ട് കുത്തി അങ്ങ് ഓടിക്കും പക്ഷെ ഒരു പാക്കറ്റ് മേടിച്ചേക്കുന്ന ബാക്കി അലമാരി ഇരിപ്പുണ്ട് വല്ല മനസ്സിലായോ പക്ഷെ ഇത് രണ്ടെണ്ണം ഈ കുത്തി ഓടിക്കുന്നുണ്ടായി ഓരോന്നും തരുന്നത് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം എല്ലാം തരാത്ത എന്താന്ന് വെച്ചാൽ കുത്തി ഓടിക്കുന്നുണ്ട് കുത്തി ഓടിക്കുന്നതുകൊണ്ട് ഓരോ പെൻസിലേ തരത്തുള്ളൂ പക്ഷെ അപ്പൻ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ ഡാഡി സ്കൂൾ തുറക്കാൻ പോവാ സ്കൂൾ തുറക്കാൻ പോവാ എനിക്ക് അഡ്മിഷൻ എടുത്തോ എനിക്ക് ബാഗ് മേടിച്ചോ ഷൂ മേടിച്ചോ യൂണിഫോം മേടിച്ചോ ഏത് കൊച്ചു ചോദിച്ച് ഇല്ല അമ്മ സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുന്നേ യൂണിഫോം മേടിച്ചു കഴിഞ്ഞ് ബാഗ് മേടിച്ചു കഴിഞ്ഞ് അമ്മ മൂന്ന് വയസ്സാകുമ്പോഴേ തന്നെ നമ്മൾ പല സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു മൂന്നാം ക്ലാസ്സിലായപ്പോഴേ എം ബി ബി എസിന് നമ്മൾ പൈസ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു കൊച്ചറിഞ്ഞു ഇല്ല എന്തിനാ നിങ്ങൾ ഈ പറഞ്ഞു ഈ ലോകത്തിൽ ഒരു അപ്പന് കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്രയും കരുതലുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരു അപ്പന് കരുതലില്ലയോ ഇവിടെ പറയുക ആമേൻ എനിക്ക് വെറുതെ വിടാൻ മനസ്സില്ല ഈ അപ്പൻ ഒരു സ്തോത്രം പറയാമോ അപ്പൻ പറഞ്ഞു എനിക്ക് അവരെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു എനിക്ക് അവരെ വെറുതെ വിടാൻ മനസ്സില്ല അടുത്തത് ഐ മീൻ അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല ഇങ്ങനെ ഒരു അപ്പന നമുക്ക് സ്വർഗത്തിലുള്ളത് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്തേ അടുത്ത വാക്ക് കേട്ടോ ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇത് പറഞ്ഞ നിർത്തുക ഇവർ വഴിയിൽ വെച്ച് തളർന്ന് പോയേക്കും ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഈ ജനത്തിന് അറിയത്തില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണമില്ലെങ്കിലും പോകുന്ന വഴിയിൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട് ഞാൻ പറയാം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്ന ഈ അർദ്ധരാത്രി ഇരിക്കുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ യേശു ഇന്നത്തെ ആവശ്യം നടത്തുന്ന യേശു അല്ല പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നാളെ നാളെ വരാൻ പോകുന്ന ശീലത്തിന് ഇന്നേ അവനെ നിറച്ചു വിടണമെന്ന് അതിന്റെ അർത്ഥം നിന്റെ നാളകൾക്ക് വേണ്ടി ഇന്നേ കരുതുന്ന ഒരു അപ്പൻ ആ സ്വർഗത്തിലുള്ള നിന്റെ നാളകളെ നിനക്കറിയത്തില്ല നാളെ വരുന്ന സാമ്പത്തിക പരാജയം നാളെ വരുന്ന ശാരീരിക ബുദ്ധിമുട്ട് നാളെ വരുന്ന ഏത് വിഷയവും എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല അപ്പൻ അറിയാം അതുകൊണ്ട് അപ്പൻ പറഞ്ഞത് ഇവർ പോകുന്ന വഴിയിൽ വഴിയിൽ വെച്ച് തളർന്നു പോകും അതുകൊണ്ട് ഞാൻ ഇവരെ വിടത്തില്ല ഇവർ തളർന്നു വീഴാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് കൊടു ക്രിസ്തുയെ വിടാൻ പറ്റത്തുള്ളൂ ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കണം എൻ്റെ ഇന്നറിയുന്ന ദൈവം മാത്രമല്ല എൻ്റെ നാളുകളെ അറിയുന്നവൻ എൻ്റെ ക്ഷീണം അറിയുന്നവൻ എൻ്റെ തളർച്ച അറിയുന്നവൻ എൻ്റെ രോഗം അറിയുന്നവൻ എൻ്റെ പ്രശ്നം അറിയുന്നവൻ അവൻ മുന്നമേ എനിക്ക് വേണ്ടി കരുതി വെക്കുന്ന ദൈവമാണ് എന്തിനാ ഭാരപ്പെടുന്നത് എന്തിനാ ഭാരപ്പെടുന്നേ എന്തിനാ ഭാരപ്പെടുന്നേ നമ്മൾ ഇന്നേ കുറിച്ച് ഭാരപ്പെടുമ്പോൾ കർത്താവ് നാളുകളെ കുറിച്ച് ഭാരപ്പെടുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാളുകളെ കുറിച്ച് ഭാരപ്പെടുന്ന അപ്പനല്ലേ അമ്മയല്ലേ ഇതിനേക്കാൾ എത്രയോ നല്ലൊരു അപ്പന സ്വർഗത്തിലുള്ള മനസ്സലുള്ള അപ്പൻ അവർ വഴിയിൽ വെച്ച് ഞാൻ ആ ഭാഗമൊക്കെ വായിച്ച് ആത്മാവിൽ സന്തോഷിക്കാറുണ്ട് എന്തിനാ ഭാരപ്പെടുന്നേ ഏ ഒറ്റ ശിഷ്യനും ഇല്ലാത്ത മനസ്സലവ് നമ്മുടെ അപ്പനുണ്ട് ഒരാൾക്ക് മനസ്സലവ് വന്നു മതി എൻ്റെ കുഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും മക്കളും എല്ലാം കൈവിടട്ടെന്ന് പക്ഷെ കൈവിടാത്ത ഒരുവനില്ലേ മനസ്സലിവുള്ള ഒരുവനില്ലേ ചിലർ പറയും അവർക്ക് മനസ്സലിവില്ല ഞാൻ എല്ലാം ചെയ്തിട്ട് ഒരു സ്നേഹമില്ല കരുതലില്ല മനസ്സലിവില്ല എന്ത് പറഞ്ഞു ആർക്കും മനസ്സലിവ് കാണത്തില്ല പക്ഷേ മനസ്സലിവുള്ള ഒരു അപ്പൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട് വാ തുറന്ന് പറഞ്ഞ് ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയല്ല ആരുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു ജയം നടക്കട്ടെ വാ തുറന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കാതെ ഞാൻ ജാതിയനല്ല ആമീൻ ഞാൻ ജാതിയല്ല ആമീൻ ഞാൻ ദൈവത്തിന്റെ മകനാണ് യേശുവിന്റെ മകളാണ് എനിക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ട് മനസ്സലിവുള്ള അപ്പന കരുതുന്നപ്പന ഇന്നേക്ക് വേണ്ടിയല്ല നാളേക്ക് വേണ്ടി എനിക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടത്തില്ല എന്റെ ആവശ്യങ്ങളെ ഞാൻ അപ്പനോട് സ്തോത്രത്തോടെ അറിയിക്കും സകല ബുദ്ധിയും കവിയുന്ന ഒരു ദൈവിക സമാധാനം അപ്പൻ എന്റെ മേൽ പകരും ഇന്നു മുതൽ ഞാൻ നിരാശനല്ല അതരങ്ങളെ തുറന്നു തുടങ്ങി എല്ലാ കണ്ണുകളും അടച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടുകൾ ശബ്ദമുയർത്തണേ അടുത്ത് ആരും ഉറങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശല്യപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ വാ തുറക്കണേ വാ തുറക്കണേ ഇത് പറഞ്ഞു ജയിക്കണം ഇന്ന് രാത്രി കരമടിക്കുന്ന കരമടിക്കാം വാ തുറക്കുന്നെങ്കിൽ വാ തുറക്കാം ഇന്ന് രാത്രി ജയിക്കണം വാ തുറന്ന് പറഞ്ഞ് ഞാൻ ജാതി അല്ല ഞാൻ ജാതി അല്ല ഞാനൊരു ദൈവ പൈതല എനിക്കൊരു അപ്പനുണ്ട് ഞാൻ അനാഥനല്ല ഞാൻ അനാഥനല്ല ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല എൻ്റെ ഇന്നറിയുന്ന അറിയുന്ന ദൈവം ഒരുപക്ഷെ മക്കൾക്ക് അറിയത്തില്ല പാസ്റ്റർക്ക് അറിയത്തില്ല നിന്റെ നെടുവീർപ്പ് അറിയുന്ന ഒരു ദൈവം നിന്റെ സങ്കടം അറിയുന്ന ഒരു ദൈവം നിന്റെ പൾസ് അറിയുന്ന ഒരു ദൈവം നിന്റെ ഇന്നലകളെ അറിഞ്ഞൊരു ദൈവം ഇന്ന് രാത്രിയിലും പറയാ എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി അവരുടെ ശരീരത്തിന്റെ സ്ഥിതി മൂന്ന് ദിവസമായി എൻ്റെ കൂടെയുണ്ട് അവർ ഇപ്പോൾ ഓക്കെയാ പോകുന്ന വഴിയിൽ അവർ ക്ഷീണിക്കും അവർ തളർന്നു വീഴും ഞാൻ അവരെ വിടത്തില്ല ഞാൻ നിറച്ചേ വിടത്തുള്ളൂ നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു അപ്പനുണ്ട് നമ്മുടെ കുറിച്ച് കരുതലുള്ളപ്പൻ മാതാവേ പിതാവേ നീ ഭാരപ്പെടുന്നതിനേക്കാൾ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വർഗത്തിൽ അപ്പൻ ഒരു ഭാരമുണ്ട് അമീൻ ഭർത്താവേ കുറിച്ച് നീ ഭാരപ്പെടുന്നതിനേക്കാൾ അപ്പൻ ഭാരപ്പെടുന്നുണ്ട് സഹോദരി നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ കരുതുന്നതിനേക്കാൾ കരുതുന്ന ഒരു അപ്പനുണ്ട് അമീൻ മക്കളെ നിങ്ങളുടെ പേരൻസ് കരുതുന്നതിനേക്കാൾ കരുതുന്ന ഒരു അപ്പനുണ്ട് അമീൻ നിങ്ങളുടെ പാസ്റ്റ് കരുതുന്നതിനേക്കാൾ കൂട്ടുവിശ്വാസികൾ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കരുതുന്ന ആശ്വസിപ്പിക്കുന്ന നിങ്ങളെ അറിയുന്ന ബലപ്പെടുത്തുന്ന നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട് അവൻ ഇന്ന് രാത്രി ഘടക ധുരികൾ കമന ശംധേ റികാന ആരോടൊക്കെ പരിശുദ്ധാത്മ പറയാ ഇന്ന് രാത്രി നീ ധൈര്യപ്പെടണം ഇന്ന് രാത്രി നീ സ്തുതിക്കണം ഇന്ന് രാത്രി നീ ആരാധിക്കണം ചങ്ങലയ്ക്കകത്തും കാരാഗ്രഹത്തിനകത്തും ആരാധിച്ചപ്പോൾ പ്രമാണിമാർ അധികാരമുള്ളവൻ കീഴടങ്ങി താഴെ വീണ് വെളിച്ചം ചോദിച്ച് രക്ഷ ചോദിച്ച് വരുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രതിസന്ധിയിലാണ് നീ സ്തോത്രം പറയേണ്ടേ നാട്ടുകാർ അറിയട്ടെ കൂട്ടുകാർ അറിയട്ടെ ഇവനെ തളർത്താൻ പറ്റത്തില്ല ജോലി ഇല്ലെങ്കിലും കടമാണെങ്കിലും ഞെരുക്കമാണെങ്കിലും പട്ടിണിയാണെങ്കിലും എവന്റെ പ്രാർത്ഥന നിന്നിട്ടില്ല എവന്റെ ആരാധന നിന്നിട്ടില്ല എവന്റെ പാട്ട് നിന്നിട്ടില്ല എവന്റെ വർഷിപ്പ് നിന്നിട്ടില്ല ഞെരുക്കമുള്ളപ്പോഴും ഭാരമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും എവന്റെ പാട്ട് നിന്നിട്ടില്ല എവന്റെ പ്രസംഗം നിന്നിട്ടില്ല എവന്റെ ഐ മീൻ മീറ്റിംഗ് നിന്നിട്ടില്ല ലോകം പറയണം യവനിൽ എന്തോ സംതിങ് സ്പെഷ്യലാ നീ പറയണം നിങ്ങൾ അറിയാത്ത ഒരു കരുതൽ എനിക്ക് വേണ്ടി എന്റെ അപ്പൻ കരുതിയിട്ടുണ്ട് എന്റെ അപ്പൻ എന്നെ അനാഥനായി വിടത്തില്ല എന്റെ നാളകളെ അറിയുന്നവൻ എന്റെ ഇന്നറിഞ്ഞവൻ എന്റെ നാളകൾ മക്കളെ അറിയുന്നവൻ അവൻ അത്രേ എൻ്റെ അപ്പൻ എനിക്കൊരു അപ്പനുണ്ട് കരം ഉയർത്തി ഒന്ന് പറഞ്ഞ് എനിക്ക് അമ്മ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കൽ പറ എനിക്കൊരു അപ്പനുണ്ട് അമ്മ ചിലത് പൊട്ടട്ടെ ചില നിരാശകൾ പൊട്ടട്ടെ ചില ഭാരങ്ങൾ ഇറങ്ങിപ്പോകട്ടെ ഞാൻ ആത്മാവിൽ കരുത് പറ അമ്മ പറ സിസ്റ്ററെ പറ ബ്രദറെ പറ പിതാവേ പറ എനിക്കൊരു അപ്പനുണ്ട് നിന്റെ രോഗം അറിയുന്ന നിന്റെ ശരീരത്തിന്റെ ക്ഷീണം അറിയുന്ന നിന്റെ പേഴ്സ് അറിയുന്ന നിന്റെ ബാങ്ക് ബാലൻസ് അറിയുന്ന നിന്റെ ഐ മീൻ നിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനം അറിയുന്ന നിന്റെ കലത്തിലെ അരി അറിയുന്ന നിന്റെ കലത്തിലെ മാവ് അറിയുന്ന നിന്റെ സങ്കടം അറിയുന്ന നിന്റെ കണ്ണുനീർ അറിയുന്ന ഒന്നും മിണ്ടാതെ നീ തേങ്ങുന്ന നിന്റെ തേങ്ങൽ അറിയുന്ന ഒരു അപ്പൻ ഇന്ന് രാത്രി പറയാ ഇല്ല ഞാൻ കൈവിടുന്നവനല്ല ഞാൻ നിറയ്ക്കും ഇന്നും നടത്തും നാളെയും നടത്തും നീ ക്ഷീണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ദൈവദാസന്മാരെ നമ്മൾ തളരാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മൾ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മൾ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നാണം കെടാൻ അനുവദിക്കത്തില്ല തലകുനിക്കാൻ അനുവദിക്കത്തില്ല ദൈവം നമ്മെ നിറയ്ക്കുന്ന ദൈവം ശകമന ഘടക ദുരികൽ കമന അല്പനിമിഷം ആത്മാവിൽ സ്തുതിച്ചേ വീടിനകത്ത് എനിക്കറിയാം സഭാ ഹോളിൽ ആരാധിക്കുന്നവരല്ലേ കരമടിച്ചോ വാ തുറന്നോ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ പകരട്ടെ ഒരു അത്ഭുതത്തിന്റെ കരമിറങ്ങി വരട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ യെസ് ഇതൊന്നും രോഗമല്ലെന്നേ ഇതൊക്കെ പീശാജിന്റെ തന്ത്രമാ കരങ്ങൾ അടിച്ചു അസ്ഥിവേദനയും പേശുവേദനയും ഞാടിയും നരമ്പിന്റെ മേലും ബ്ലഡിന്റെ മേലും വെസൽസിന്റെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ കൂടെ കൂടെ വരുന്ന തലവേദനകളും മൈഗ്രെയിനും ക്ഷീണങ്ങളും തളർച്ചകളും ഐ മീൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ the name of Jesus. ഇന്ന് രാത്രി ഷുഗർ ആകുക നീ കരമടിച്ചു കൊളസ്ട്രോൾ ആകുക ബി പി ആകുക കൂടെ കൂടെ വരുന്ന തലവേദന മാറുക ഇതൊക്കെ നിരാശയുടെ ഭാഗമായിരുന്നു ആകുലതയുടെ ഭാഗമായിരുന്നു ഇന്ന് രാത്രി നീ വാ തുറന്ന് പറഞ്ഞില്ലേ പിശാചികൾക്ക് പറഞ്ഞില്ലേ നീ പോ നിനക്ക് അഡ്രസ്സ് തെറ്റി എനിക്കൊരു അപ്പനുണ്ട് എനിക്കൊരു അപ്പനുണ്ട് എൻ്റെ അപ്പൻ കരുണയുള്ളവൻ എൻ്റെ അപ്പൻ മനസ്സലിവുള്ളവൻ എന്നെ അറിയുന്നവൻ എൻ്റെ നാളകളെ അറിയുന്നവൻ പരിശുദ്ധനെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് നീ ഇടപെട്ടല്ലോ ചില ശരീരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സൗഖ്യമാകുന്നതിനാൽ സ്തോത്രം ചില മനസ്സിന്റെ മുറിവുകളെ കെട്ടിയതിനാൽ സ്തോത്രം ചില മുറിവുകളെ ഇന്നർ ഹീലിംഗ് ഷക്ക മന റംതി റമനെ ഷിഗിനി ചില നിരാശകളെ എടുത്തു മാറ്റിയതിനാൽ സ്തോത്രം ചിലതിനെ കർത്താവേ അമ്മ ഇന്ന് രാത്രി നല്ല ഉറക്കം ഞാൻ കിടന്നുറങ്ങി ഏ ഹോവേ നീ അല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഭയം മാറട്ടെ നിരാശകൾ മാറട്ടെ ആകുലതകൾ മാറട്ടെ പിശാജിന്റെ തന്ത്രങ്ങളും കെണികളും വിട്ടുമാറട്ടെ the name of യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു പാസ്റ്റർ